ഫൈവ് സോ നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്ക് വരുന്നത് അപ്പോൾ അതിൽ നമുക്ക് നാല് ബ്ലോക്സ് ഉണ്ട് അറിയാലോ നാല് ബ്ലോക്സ് ഉണ്ട് അതിൽ ഫസ്റ്റ് ഒരു ഫസ്റ്റ് ബ്ലോക്കിലാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ബ്ലോക്കിൽ നാല് യൂണിറ്റ്സ് ആണുള്ളത് അതിൽ ഫസ്റ്റ് യൂണിറ്റ് ആണ് നോക്കുന്നത് സോ ദ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് it is a introduction to okay നിങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട് അറ്റൻഡൻസ് ഷീറ്റ് വന്നിട്ടുണ്ട് അതെല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യുക കേട്ടോ അറ്റൻഡൻസ് ഒന്ന് മാർക്ക് ചെയ്യാം okay then introduction to assessment definition description and differentiating between testing and assessment അപ്പോൾ ഒരു കൗൺസിലിംഗ് ആസ്പെക്റ്റിലെ ബേസിക് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് അസസ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അസസ്മെന്റ് പ്രോസസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്താണ് assessment why we need such kind of assessment and what are the meaning of what are the methods of assessment നമ്മൾ ഏതൊക്കെ രീതിയിലുള്ള മെത്തേഡ്സ് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഒരു അസസ്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത് ദെൻ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്താണ് the purpose of psychological test and the different types of psychological test അത്രയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് വണ്ണിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ നമ്മളൊരു കൗൺസിലിംഗ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്രോസസ്സിൽ പോകുമ്പോൾ we need to find out some kind of assessment protocol okay അപ്പോൾ അതിൽ അസസ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ഇൻഡിവിജ്വലിനെ ബേസ് ചെയ്തിട്ടുള്ള മാക്സിമം ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുക based on his abilities interest aptitude personality attitudes and beliefs or like that ഒരു ഇൻഡിവിജ്വലിനെ നമുക്ക് മനസ്സിലാക്കി അവർക്ക് എന്തെങ്കിലും ഒരു ഇന്റർവെൻഷൻ അല്ലെങ്കിൽ അവരിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് പാറ്റേൺ ഓഫ് ബിഹേവിയറിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ദ പ്രോസസ് ഓഫ് അസസ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് so there may be different kinds of assessment techniques ഉണ്ടായിരിക്കാം like formal assessment pattern will be the non formal informal assessment pattern will be the actually in our counseling sessions we are forming the formal assessment process okay in which we are using a particular type of scientific procedures for collecting the data or for collecting the information from the individual So just to have a look upon what are the what is the meaning of psychological assessment. Actually, these are the basic uh, objectives of a psychological assessment regarding this topic. Uh, so just to go on through it. And the uh, next one is the meaning of psychological assessment. So uh, it is the use of uh, standard or systematic procedure for observing our behavior we are always using some kind of assessment നമ്മൾ എല്ലാവരും പല രീതിയിലുള്ള അസസ്മെന്റ് ഡെയിലി നടത്തുന്നവരാണ് ഫോർ uh, uh, എന്താണ് ഇപ്പൊ നമ്മൾ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് ആക്ച്വലി അറിയാതെയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള uh, മറ്റുള്ള ഇൻഡിവിജ്വൽസിനെ നമ്മൾ അറിയാതെ ശ്രദ്ധിക്കും അറിയാതെ അവരെ നോക്കുന്നു സൊ ജസ്റ്റ് പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് ദയർ um, എന്താണ് ഐ കോണ്ടാക്ട് ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ എന്താണ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ സ്റ്റാൻഡിങ് പൊസിഷൻ ആയിരിക്കാം സിറ്റിംഗ് പൊസിഷൻസ് ആയിരിക്കാം അതിനെ ബേസ് ചെയ്തിട്ട് we form some kind of judgement based on that particular situation or based on that particular individual at that time okay അപ്പോൾ അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബിഹേവിയറിനെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ബിഹേവിയറിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്ന അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് മനസ്സിലാക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് അസസ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് and uh, the definition of uh, assessment uh, there is no such uh, attempts to explain uh, the reasons and uh, make no recommendations for actions അതായത് അസസ്മെന്റ്സിൽ അങ്ങനെ പ്രത്യേകിച്ച് എന്താണ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഫോളോ ടെക്നിക്സും അങ്ങനെയല്ല ഉള്ളത് but it may have some kind of എന്താ പറയുക ഒരു സയന്റിഫിക് പ്രൊസീജിയേഴ്സ് അതിൽ പറയുന്നുണ്ട് then the, it is a process of collecting information which can be formal, informal, qualitative or quantitative എന്നിവയൊക്കെയാണ് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഡിസ്കസ് ചെയ്ത പോയിന്റാണ് ദെൻ uh, എങ്ങനെയൊക്കെയുള്ള ഇൻഫർമേഷൻസ് ആണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് ചിലപ്പോഴൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള അസസ്മെന്റ് ആയി പേഴ്സണൽ ഇൻഫർമേഷൻസ് ആയിരിക്കും നമ്മൾ കളക്ട് ചെയ്യുന്നത് സം കൈൻഡ് ഓഫ് ഒക്യുപേഷണൽ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് മെഡിക്കൽ ഹിസ്റ്ററി ആയിരിക്കാം അല്ലെങ്കിൽ uh, മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ഇന്റർവെൻഷൻ സോറി ഒരു ഇന്റർവ്യൂ മെത്തേഡിലൂടെ മറ്റുള്ള ഇൻഡിവിജ്വൽസിനെ ബേസ് ചെയ്തിട്ടുള്ള ബിഹേവിയർ പാരൻസിൻ്റെ അടുത്തുനിന്നോ ടീച്ചേഴ്സിൻ്റെ ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സിൻ്റെ നിന്നോ ഈവൻ ഇറ്റ്സ് ദാറ്റ് ഇൻഡിവിജ്വലിൻ്റെ നിന്നോ ഒക്കെ നമ്മൾ കളക്ട് ചെയ്യേണ്ട എല്ലാതും ഒരു അസസ്മെൻ്റ് പ്രോസസ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഈ ഒരു അസസ്മെന്റ് പ്രോസസ്സ് കൊണ്ട് ആസ് എ സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് what is his present conditions now അവരുടെ പ്രസന്റ് സ്റ്റേറ്റ് എന്താണ് മെന്റൽ സ്റ്റേറ്റ് എന്താണ് പാസ്റ്റിൽ അവർക്ക് എന്തെങ്കിലും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവരുടെ പാസ്റ്റിൽ എന്തെങ്കിലും ഇൻഫോർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്യേണ്ടതുണ്ടോ അതേപോലെ അവർക്ക് വേണ്ടുന്ന ഒരു ഗൈഡൻസോ ഒരു സപ്പോർട്ടോ അവർക്ക് വേണ്ടുന്ന ഒരു സജഷൻസോ പ്രൊവൈഡ് ചെയ്യുന്നതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ് സൈക്കോളജിക്കൽ അസസ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് and it may be definite pattern for initiation any kind of therapy or counselling sessions for the client അപ്പോൾ നമ്മളൊരു ഇൻഡിവിജ്വലിന് ഒരു കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ we just have to an brief idea about what the individual is അതിനാണ് we form the assessment technique എന്ന് പറഞ്ഞിരിക്കുന്നത് ആൻഡ് ദർ ആർ ഡിഫറെൻറ്റ് എന്താണ് മെലോണി and what describe assessment as follows like six points പറയുന്നുണ്ട് it does not involve definite procedure steps ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞാലേ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ പാടുള്ളൂ അങ്ങനെയുള്ള ഡെഫിനറ്റ് പ്രൊസീജിയേഴ്സ് ഇല്ല ആൻഡ് ഫ്രീക്വൻലി യൂസസ് ടെസ്റ്റ് പല രീതിയിലുള്ള ടെസ്റ്റുകൾ നടത്തി ഇപ്പൊ നമുക്കൊരു പനി ഉണ്ട് എന്ന് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മൾ എന്താണ് വീട്ടിൽ ചെയ്യുന്നത് കൈ വെച്ച് നോക്കും അല്ലെ നെറ്റിയങ്ങളോ കഴുത്തിലോ ഒക്കെ നമ്മൾ ജസ്റ്റ് നമ്മൾ ടെമ്പറേച്ചർ അറിയാനായിട്ട് നമ്മൾ കൈ ഒന്ന് വെച്ചൊന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കും പക്ഷേ നമ്മൾ ഇത്രയും കൂടി അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് അറിയണമെങ്കിൽ എന്താണ് നമ്മൾ അവരുടെ ടെമ്പറേച്ചർ അസസ് ചെയ്യുന്നത് so we are frequently use some kinds of test for assessing the particular person's behavior and it contributes uh, contributes to some decision process to some problem uh, like uh, ഏതെങ്കിലും ഒരു ഒരു പ്രോബ്ലത്തിനെ ഡിഫൈൻ ചെയ്യാനോ അതിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻസ് കാണാൻ വേണ്ടിയിട്ടും പിന്നീട് some kind of assessment techniques and it requires the examiner to consider, evaluate, integrate the data. There should be one individual for uh, to clarify or to analyze the uh, collected informations. Okay അവിടെ ഒരു എക്സാമിനർ ഉണ്ടായിരിക്കണം ഇപ്പം ഈവൻ നമ്മളൊരു എക്സാം നടത്തി നമ്മളുടെ ഒരു ലേണിംഗ് അച്ചീവ്മെന്റ് ലേണിംഗ് അസസ്മെന്റ് നടത്തുമെന്ന് വിചാരിക്കുക ലൈക്ക് ഒരു ഫസ്റ്റ് ഇയർ എക്സാം നമ്മൾ നടന്നു ആ ഫസ്റ്റ് ഇയർ എക്സാം എന്ന് പറഞ്ഞിരിക്കുന്നത് it's a kind of assessment ടെക്നിക്കാണ് അല്ലേ how much you can able to learn how much you can able to memorise അപ്പോൾ അത് നമ്മൾ എത്രമാത്രം ചെയ്തിട്ടുണ്ട് നമ്മുടെ ലേണിംഗ് സിറ്റുവേഷൻ എവിടെയാണ് അല്ലെങ്കിൽ ലേണിംഗ് പ്രോസസ്സിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്തു ആ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഒരു അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണ് ഓക്കെ ആ അച്ചീവ്മെന്റ് ടെസ്റ്റിലൂടെ ഒരു ഇൻഡിവിജ്വലിന്റെ ലേണിങ്ങിനെ നമ്മൾ അസസ് ചെയ്തു ഇനി ആ ലേണിങ്ങിനെ അസസ് ചെയ്ത് കറക്റ്റ് ആണോ എന്നറിയാൻ there should be an valuator okay Then uh, the process results can be evaluated solely on psychometric grounds. Uh, psychometric grounds എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ um, ഒരു അസസ്മെന്റ് അല്ലെങ്കിൽ ഒരു ടെസ്റ്റിന് ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം ഒരു particular life of standardised techniques അല്ലെ പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കണം അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രൊസീജിയേഴ്സിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ആണ് ഇത് ടെസ്റ്റ് നടത്താൻ സാധിക്കുള്ളൂ ആ ഒരു പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ക്രൈറ്റീരിയൻസിന് പറയുന്ന പേരാണ് സൈക്കോമെട്രിക് ഗ്രൗണ്ട്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞൊരു എക്സാമ്പിൾ ആണെങ്കിൽ എക്സാം കണ്ടക്ട് ചെയ്തു ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഒരു സൈക്കോളജിക്കൽ എന്താണ് basic psychological processes I don't know whether you have that paper അപ്പോൾ ഒരു basic psycho general psychology paper ഉണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ ജനറൽ സൈക്കോളജി പേപ്പറിൽ നമ്മളൊരു അസസ്മെന്റ് ടെക്നിക്കിലൂടെ ഒരു ക്വസ്റ്റനെയർ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ആ ഒരു തിയറി നിങ്ങൾക്ക് എത്രമാത്രം ആ ഒരു പേപ്പർ നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലായിട്ടുണ്ട് നമ്മൾ ടെസ്റ്റ് നടത്തി ഇനി ആ ഒരു ടെസ്റ്റിന് അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് there should be some kind of psychometric grounds for example ആ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ സിലബസിൽ ഉള്ളതായിരിക്കണം ആ ക്വസ്റ്റ്യൻസ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ജനറൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസും തിയറംസും അതിൻ്റെ അപ്ലിക്കേഷൻസ് ലെവൽസിനെയും ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം അത് റൈറ്റ് റിട്ടേൺ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം അത് നിങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന ഇൻഫർമേഷൻസ് ഓൾറെഡി പഠിച്ചിട്ടുള്ളതിൻ്റെ എന്താണ് അത് റിപ്പീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ഇത്രയും കൂടി ഒരു എക്സ്പ്രസ് ചെയ്യാനോ ഉള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കണം അപ്പം ഇങ്ങനെ ഒരു number of an number of psychometric ആയിട്ടുള്ള ഒരു അസസ്മെന്റ് ക്രൈറ്റീരിയൻസ് ഉള്ളതിനെയാണ് സൈക്കോമെട്രിക് ഗ്രൗണ്ട്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ സൈക്കോമെട്രിക് എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ അനാലിസിസ് അതിനെ അസസ് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത് and it is less routine and inflexible more individualised ആണ് ഏതൊരു അസസ്മെന്റ് ടെക്നിക്കും പലപ്പോഴും ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് okay then then uh, the point of assessment is often diagnosis or classification ഇപ്പോൾ പലപ്പോഴും നമ്മളിപ്പോൾ ഒരു അസസ്മെന്റ് നടത്തിയതിന് ശേഷം നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യുന്നു ഇപ്പോൾ നമുക്ക് കിട്ടിയ മാർക്കിനനുസരിച്ചിട്ട് ഫസ്റ്റ് ഗ്രേഡ് സെക്കൻഡ് ഗ്രേഡ് അല്ലെങ്കിൽ distinction first class second class അല്ലെങ്കിൽ എ ഗ്രേഡ് ബി ഗ്രേഡ് എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് okay then assessment can be both process oriented and product oriented രണ്ട് രീതിയിലുള്ള അസസ്മെന്റ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ സോ രണ്ട് രീതിയിലുള്ള ഒരു അസസ്മെന്റ് പ്രോസസ്സ് നമ്മൾ നടക്കുന്നുണ്ട് it's a process oriented assessment and product oriented assessment എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പ്രോസസ് ഓറിയന്റഡ് അസസ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് it does not necessarily produce a finished product the are primarily tools to guide ongoing relationship to direct activities and plans process oriented എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എന്താണ് ആക്ച്വലി ഇപ്പം നമ്മൾ നടക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയർ എങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മുടെ ഓൺ ഗോയിങ് ആയിട്ടുള്ള ഒരു ഇമോഷൻ ഫീലിങ്സ് എന്താണ് എന്നൊക്കെ ജസ്റ്റ് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അസസ്മെന്റ് ആണ് പ്രോസസ് ഓറിയന്റഡ് അസസ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് just to know about our feelings or our relations or our any kind of psychological aspects versus the product oriented assessments are assessment that results in the creation of a report or a document. Okay, it's purely for the uh, any kind of future aspects of an individual, like uh, ഏതെങ്കിലും രീതിയിലുള്ള ഒരു മെഡിക്കൽ ഹിസ്റ്ററിക്കൽ എലമെന്റിന് വേണ്ടിയിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നത് ഒരു ലീഗൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആസ്പെക്ടിന് വേണ്ടിയിട്ട് ഒരു ഡാറ്റ കളക്ട് ചെയ്യുന്നത് അതൊരു ഡോക്യുമെന്റേഷൻ പ്രോസസ്സിൽ ഒരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു എലമെന്റ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരു ഡോക്യുമെന്റേഷൻ പ്രോസസ് ആയിട്ട് നമ്മൾ അറിയുന്നതാണ് the product oriented so we just may have an example for our what is the process oriented and product oriented ഇപ്പൊ പ്രോസസ് ഓറിയന്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഇടയ്ക്ക് നമ്മൾ എന്താണ് നമ്മളുടെ സെൽഫ് ആക്ച്വലൈസേഷൻ അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം എത്രയുണ്ട് അല്ലെ നമുക്ക് ഓരോരുത്തരുടെയും ആ ഒരു സെൽഫ് എസ്റ്റീം പവർ എത്രയുണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ കാഷ്വൽ ആയിട്ടുള്ള പല ടെസ്റ്റുകളും കണ്ടക്ട് ചെയ്യുന്നുണ്ട് it's just to know about our level of performance അതാണ് പ്രോസസ് ഓറിയൻറ്റഡ് എന്ന് പറയുന്നത് ആസ് എ പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇന്റലിജൻസ് ഐ ക്യു നമ്മൾ അസസ് ചെയ്യുന്നത് ഇപ്പൊ ടെൻത്ത് പറയാൻ ടെൻത്തിന് എക്സാമിന് അപ്പിയർ ചെയ്യാൻ പോകുന്ന ഒരു കുട്ടിയുടെ ഐ ക്യു അസസ് ചെയ്തിട്ട് വേണം അവർക്ക് ബാക്കിയുള്ള ലേണിംഗ് എൽ ഡി റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് അത് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ it is called a product oriented assessment okay so അങ്ങനെ രണ്ട് രീതിയിലായാലും ഒരു ഇൻഡിവിജ്വലിന്റെ എന്താണ് മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻസും അതേപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ എലമെന്റും കേസ് ഹിസ്റ്ററിയും പാസ്റ്റ് ഹിസ്റ്ററിയും കറണ്ട് ഹിസ്റ്ററിയും ഇതെല്ലാതും നോക്കിയിട്ടാണ് നമ്മൾ ഒരു പ്രോഡക്റ്റ് ഓറിയന്റ് ഉണ്ടാക്കുന്നത് okay and it may be functional element for the documentation process പലപ്പോഴും ഒരു ക്ലിനിക്കിൽ ഇരിക്കുമ്പോൾ we are more focusing on the product oriented assessment methods and what are the purpose of assessment നമ്മളൊരു അസസ്മെന്റ് എന്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഫോർ അണ്ടർസ്റ്റാൻഡിങ് സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് ആണ് അല്ലേ നമ്മൾ പലപ്പോഴും ഒരു ഒരു എക്സാമിന് അപ്പിയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് actually it's for getting a degree ആണെന്നുണ്ടെങ്കിൽ കൂടിയും ഹൗ മച്ച് വി ലേൺ നമുക്ക് എത്രമാത്രം അത് മനസ്സിലായിട്ടുണ്ട് നമുക്ക് ഏതെങ്കിലും അത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജിലാണോ നമ്മൾ നിൽക്കുന്നത് ഫോർ സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് എൻ്റെ ഒരു പേഴ്സണാലിറ്റി എങ്ങനെയാണ് എൻ്റെ ഒരു മോട്ടിവേഷൻ ആസ്പെക്ട് എങ്ങനെയാണ് എൻ്റെ ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്താണ് ആൻഡ് സെക്കൻഡ് വൺ പറയുന്നത് ടു ഡയഗ്നോസ് സ്റ്റുഡൻസ് പ്രോബ്ലംസ് ഇപ്പൊ പലപ്പോഴും കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ അവരുടെ ഒരു ഇമോഷൻ സ്റ്റേറ്റ്സ് അവരുടെ behavioural aspects of behavioural element അതേപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഇന്റലക്ച്വൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ അല്ലെങ്കിൽ അക്കാഡമിക് ആയിട്ടുള്ള പോവാ പെർഫോമൻസ് ഉള്ള കുട്ടികൾക്ക് പൊതുവേ എല്ലാവരും ഒരു ഐക്യു ടെസ്റ്റുകളൊക്കെ ജനറലി പല രീതിയിലൊക്കെ പാരൻസ് പോലും അത് ഇനീഷ്യേറ്റീവ് എടുത്ത് സജസ്റ്റ് ചെയ്ത് പോകാറുണ്ട് അപ്പോൾ ഒരു കുട്ടിയുടെ ഒരു ഡയഗ്നോസിസ് അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻസിന്റെ പ്രോബ്ലം ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് we are using the assessment technique and to help of course in helping career planning and education ഇപ്പോൾ ഒരു ടെൻത്ത് കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ട്വൽത്ത് കഴിഞ്ഞിട്ടുള്ള ഒരു മോസ്റ്റ് ഓഫ് സ്റ്റുഡൻസും ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനിൽ most of students may undergone such kinds of career planning techniques for selecting their next higher higher സ്റ്റഡീസിനെ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ അവർക്ക് ഏത് ഏരിയയിലാണ് ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉള്ളത് അവർക്ക് ഏത് ഏരിയയിലാണ് ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളത് അങ്ങനെയുള്ള ഒരു കൈൻഡ് ഓഫ് അവയർനെസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് they are giving in this aspect and to help predict the future performance അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഫ്യൂച്ചർ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സക്സസ് ഓറിയൻറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു എന്താണ് അവരുടെ ഡൈവേർട്ടഡ് ബിഹേവിയറിന് അല്ലെങ്കിൽ അവരുടെ കരിയർ ഡൈവേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്ക് പ്ലാൻ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ ഇത് അസസ്മെന്റ് കണ്ടക്ട് ചെയ്യാം and to valuate the outcome of counselling ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഒരു ഇന്റർവെൻഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്തു ഇന്റർവെൻഷൻ പ്രൊവൈഡ് ചെയ്തതിന് ശേഷം അവരിൽ എത്രമാത്രം അത് ചേഞ്ചസ് ആയിട്ടുണ്ട് അപ്പോൾ ഒരു കൗൺസിലിംഗിലായാലും ശരി എഡ്യൂക്കേഷൻ ആസ്പെക്ട്സിലായാലും ശരി before the counselling and after counselling അവർക്ക് എത്രമാത്രം ഒരു എക്സ്പെക്റ്റഡ് ഔട്ട്കം ഉണ്ടായിട്ടുണ്ടോ അപ്പൊ അങ്ങനെയല്ല പല സെറ്റിങ്സിൽ ഇതിലിപ്പോ നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം personal settings educational settings career settings അല്ലെ അവരുടെ തന്നെ ഒരു life performance testing and in the professional settings അങ്ങനെ പല രീതിയിലുള്ള സെറ്റിംഗ്സിൽ അസസ്മെന്റ് കണ്ടക്ട് ചെയ്യാറുണ്ട് അതാണ് പർപ്പസ് എന്ന് പറയുന്നത് and principles of assessment technique എന്ന് പറഞ്ഞിരിക്കുന്നത് principles basically the assessment should be holistic holistic എന്നുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ഇൻഡിവിജ്വലിന്റെ ഒരു സിംഗിൾ ഫാക്ടറിനെ അല്ല നമ്മൾ പലപ്പോഴും uh, എന്താണ് അസസ് ചെയ്യേണ്ടി വരിക കാരണം ഒരു ഇൻഡിവിജ്വലിന്റെ ഒരു അക്കാഡമിക് പെർഫോമൻസിനെ അസസ് ചെയ്യാന്ന് വിചാരിക്കുക ബേസിക്കലി അക്കാഡമിക് പെർഫോമൻസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതിന് വേറെ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കാം ഫാമിലി ഒരു കാര്യമായിരിക്കാം പിയർ റിലേഷൻ ഒരു ആസ്പെക്ട് ആയിരിക്കാം പിന്നെ ഏതാണ് അവരുടെ കോൺഫിഡൻസ് സെൽഫ് എസ്റ്റീം ഒരു ഒരു ആസ്പെക്ട് ആയിരിക്കാം അപ്പോൾ പലപ്പോഴും നമ്മളൊരു അസസ്മെന്റ് ആസ് എ ടൂൾ ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ it should be covering the holistic aspect of the individual അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ഇത്രയും കൂടി ഇഫക്റ്റീവ് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് and the counsellor should be alerted to to behavior which is observable through non-verbal cues നമ്മളിപ്പോൾ ഒരു അസസ് ചെയ്യുന്ന സമയത്ത് അവരുടെ വെർബൽ ക്യൂസും നോൺ വെർബൽ ക്യൂസും എല്ലാതും നമ്മൾ റിക്കറൻ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യാന്നാണ് പറയുന്നത് ഫേഷ്യൽ എക്സ്പ്രഷൻ ആയിരിക്കാം അവരെ ഹാൻഡ് ഹാൻഡ് മൂവ്മെന്റ്സ് ആയിരിക്കാം അപ്പോൾ ഇതിൻ്റെ എക്സാം ഒരു സെക്കൻഡ് നിങ്ങൾക്ക് വീണ്ടും പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് അറ്റൻഡൻസ് ലിങ്ക് ഇട്ടിട്ടുണ്ട് അതൊന്ന് എല്ലാവരും ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ ജോയിൻ ചെയ്യും ഇപ്പോൾ ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടുള്ളവരെ ഓക്കെ അപ്പോൾ നമ്മളൊരു അസസ്മെന്റ് നടത്തുന്ന സമയത്ത് ഒരു ക്ലിനിക്കിൽ ഒരു പേഷ്യന്റ് വന്ന് അവർക്ക് എന്തെങ്കിലും അവർ അവർക്ക് എന്തെങ്കിലും ഒരു പേഴ്സണാലിറ്റി അസസ്മെന്റ് നടത്തുന്ന സമയത്ത് അവര് ആ ക്വസ്റ്റ്യൻസിനെ പെർസീവ് ചെയ്യുന്ന രീതി എങ്ങനെയാണ് ആ ഓരോ ക്വസ്റ്റ്യൻസിനോടും അവരുടെ റിയാക്ഷൻസ് എന്താണ് എത്ര ടൈം എടുക്കുന്നുണ്ട് ഓരോ ക്വസ്റ്റ്യൻസും മനസ്സിലാക്കി റെസ്പോണ്ട് ചെയ്യാനായിട്ട് അവർ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഇറിറ്റേഷൻ ഫീലിങ്സോ അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ ഫീലിങ്സോ അവിടെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടോ ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് personality test T A T അതേപോലെ തന്നെ റൊഷാബ് ടെസ്റ്റ് ഇതൊക്കെ കൊടുക്കുന്ന സമയത്താണ് നോൺ വെർബൽ ക്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അസസ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഹോളിസ്റ്റിക് പാറ്റേൺ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ആസ്പെക്റ്റ് മാത്രമല്ല at the time of being assessed ആ ആ സമയത്ത് ഉണ്ടാകുന്ന ഇൻഡിവിജ്വലിൻ്റെ മറ്റുള്ള പേഴ്സണാലിറ്റി ഫാക്ടേഴ്സും കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് and of course their cultural and group അല്ലെങ്കിൽ കൾച്ചറൽ ആൻഡ് സോഷ്യൽ കോണ്ടെക്സ്റ്റ് കാരണം എല്ലാ ഇൻഡിവിജ്വൽസും ഒരു കൾച്ചറിൽ നിന്ന് വരുന്നവരല്ല എല്ലാ ഇൻഡിവിജ്വൽസും ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ നിന്ന് വരുന്നവരല്ല മേ ബി ഫ്രം എവേലും ഫ്രം ഡിഫറെൻ്റ് ആസ്പെക്ട്സ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷനോടും ഓരോ കൺസെപ്റ്റിനോടുള്ള പെർസെപ്ഷനും ഇവാലുവേഷനും ഡിഫറെൻ്റ് ആയിരിക്കും അപ്പൊ ആസ് എൻ ഇവാലുവേറ്റർ എന്നുള്ള രീതിയിൽ ഓരോ കൾച്ചറിനെ ബേസ് ചെയ്തിട്ടും അവർ വരുന്ന അവർ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ചെയ്തിട്ടുള്ള സോഷ്യൽ കോണ്ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടും നമ്മൾക്ക് ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം അതർവൈസ് വളരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള രണ്ട് പേഴ്സൺസ് ആണ് ഇരിക്കുന്നതെങ്കിൽ ഈവൻ ക്ലയന്റ് ചിലപ്പോൾ നോർമൽ ആയിട്ടുള്ള പെർസ്പെക്റ്റീവിലായിരിക്കും അവരുടെ കൾച്ചറിലും അവരുടെ സോഷ്യൽ കോണ്ടെക്സ്റ്റിലുള്ള നോർമൽ പെർസ്പെക്റ്റീവിലായിരിക്കും അവർ റെസ്പോണ്ട് ചെയ്യുന്നത് അത് ഒരു പക്ഷേ ഈ കൾച്ചറൽ അല്ലെങ്കിൽ സോഷ്യൽ കോണ്ടെക്സ്റ്റിനെ പറ്റി അറിയാത്ത ഒരു സൈക്കോ എന്താ പറയുക ഒരു ഇവാലുവേറ്റർ ആണ് ഇരിക്കുന്നത് എങ്കിൽ he may be judge as or labelled as the client is a abnormal person അപ്പോൾ അങ്ങനെയുള്ള പല ആസ്പെക്റ്റും ഇതിൽ കടന്നു വരാനായിട്ടുള്ള സാധ്യതയുണ്ട് സോ ഇറ്റ് ഷുഡ് ബി എന്താണ് ഇത്തിരി കൂടി ക്ലാരിഫൈ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പറയുന്നത് then its assessment should be on go on going ആയിരിക്കണം അതായത് ഒരു ഒരു സിംഗിൾ ആസ്പെക്റ്റിൽ മാത്രം ഉള്ള ഒരു പ്രോസസ്സ് ആയിട്ടല്ല ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ലോങ്സിറ്റ്യൂഡിനൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സിൽ കൊണ്ടുപോകേണ്ട ഒരു ആസ്പെക്റ്റ് ആണ് ഹ്യൂമൻ ബിഹേവിയറിന്റെ ഒരു അസസ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് okay then the assessment should be balanced അതായത് assessment make use of normative information as well as individualised data individualised data in the sense that ഒരു ഇൻഡിവിജ്വലിന്റെ behaviour just move on to continue our assessment principles and the next point assessment assessment should be a balanced process അതായത് അസസ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റും ആണ് അതേസമയം ഒരു നോർമാറ്റീവ് ഇൻഫോർമേഷനുമാണ് normative in the sense that it's group of ഗ്രൂപ്പിൽ നമ്മൾ അസസ് ചെയ്യുന്ന രീതിയിൽ ഒരു സോഷ്യലൈസർ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ uh, സമയങ്ങളിൽ എങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള രീതിയിൽ അവരുടെ ബിഹേവിയറും ആസ്പെക്ട്സ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കുന്നത് and it should be an accurate assessment പലപ്പോഴും ഇറ്റ്സ് എ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ബിഹേവിയറൽ ആയിട്ടുള്ള ഒരു എലമെന്റ് ആയതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള വേരിയേഷൻസും അവിടെ ഉണ്ടായിരിക്കാം പല ടൂൾസുകളും നൂറ് ശതമാനം അത് ആക്യുറേറ്റ് ആസ്പെക്ട്സിൽ വരണമെന്നില്ല but the as a counsellor we should make the assessment should be an a accurate process പരമാവധി എറേഴ്സുകളൊക്കെ കുറച്ചുകൊണ്ട് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്തുകൊണ്ടുള്ള ഒരു അസസ്മെന്റ് ആയിരിക്കണം നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ടത് ഓക്കെ ബാക്കിയുള്ളവരെ മയക്കുന്ന മ്യൂട്ട് ചെയ്താൽ എച്ച് ബി യൂസ്ഫുൾ ആയിരിക്കും okay then uh, next one parayandana the prediction of future uh, behavior okay the next point assessment should be confidential it is one of the major uh, credential or one of the major ethical aspects in the clinical or a counseling process that the confidentiality of their personal information because the trust is the major point between the counselor and the counseling നമ്മളിപ്പോൾ ഒരാളുടെ അടുത്ത് എന്തെങ്കിലും അവരെ പേഴ്സണൽ ആയിട്ടുള്ളോ ഇമോഷണൽ ആയിട്ടുള്ളതോ പല രീതിയിലുള്ള ഇൻഫോർമേഷൻസും അവർ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം and the most important element that we have given such a respect and a trust for the client is to the information should be kept in confidential okay but three more aspect ആണ് ദ പ്രിൻസിപ്പിൾസിൽ നമ്മൾ പറയുന്നത് the what are the process of assessment ഈ അസസ്മെന്റ് എടുക്കുന്ന രീതി എങ്ങനെയാണ് this should be picturised in a very systematic manner that the process of assessment it should take like point of seven sets ആറ് സ്റ്റേജസിൽ കൂടെ excuse me Meena ma'am just ഒന്ന് മ്യൂട്ടി uh, മ്യൂട്ടി uh, ചെയ്യാമോ മൈക്കൊന്ന് okay okay thank you then process of അസസ്മെന്റിൽ ഏഴ് സ്റ്റേജസ് ആണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് first one we have to formulate the goals നമ്മളിപ്പോൾ ഒരു ക്ലയന്റ് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനെ നമ്മൾ അസസ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അസസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിൽ വരുമ്പോൾ അല്ലെങ്കിൽ അവരെ നമ്മൾ എന്തെങ്കിലും ഒരു ഇന്റർവെൻഷൻ നടത്തുന്ന സമയത്ത് we just have an idea about their problem and setting of the goals formulating goals the goals may be ഒരു ലോങ് ടേം ഗോൾ ആയിരിക്കാം ഒരു ഇമ്മീഡിയറ്റ് ഗോൾ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഇന്റർമീഡിയറ്റ് ഗോൾസ് ആയിരിക്കാം അപ്പൊ based on the particular variations in their behaviour അതിനനുസരിച്ചിട്ടാണ് നമ്മൾ അവരുടെ ഗോൾ സെറ്റ് ചെയ്യുന്നത് formulating the goals next we have to identify the tools and techniques അപ്പോൾ ഗോൾ ഫോർമുലേറ്റ് എന്തിനാണ് അവർക്ക് ഒരു പ്രോബ്ലം ഉള്ളത് ഏത് ആസ്പെക്റ്റിലാണ് അവർക്ക് ഒരു വേരിയേഷൻസ് ഉള്ളത് എന്താണ് നമുക്ക് അവരിൽ ചെയ്യേണ്ടത് ബിഹേവിയർ മോഡിഫിക്കേഷൻസ് ആണോ ഏതെങ്കിലും രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ക്ലാസിഫി ക്ലാരിഫിക്കേഷൻസ് ആണ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻസ് ആണോ എന്താണ് അവരുടെ പ്രോബ്ലം അക്കാഡമി പെർഫോമൻസ് ആണോ എന്താണ് അവരുടെ ഗോൾ എന്നുള്ളത് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യാം so based on that formulation based on that goal description we have to identify we have to select some tools academic performance increase ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ടൂൾസ് ആയിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഒരു റിലേഷൻഷിപ്പ് കോൺഫ്ലിക്ട്സിന്റെ സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ടൂൾസ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യുന്നത് so identify the tools and the techniques for setting up the goals and third one is the data collection we are just collecting the whole detailed informations from the client അവരുടെ പാസ്റ്റ് റിലേറ്റഡ് ആയിട്ടും അല്ലെങ്കിൽ അവരുടെ പ്രസന്റ് കണ്ടീഷൻസുമായിട്ടും അവരുടെ ബേസിക് ആയിട്ടുള്ള പ്രസന്റ് സിറ്റുവേഷൻസ് ഉള്ള ബിഹേവിയറുമായിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും നമ്മൾ കളക്ട് ചെയ്യുന്നു then interpreting specific assessment data ബിജസ്റ്റ് ഫോം ഇൻ ഇന്റർപ്രിട്ടേഷൻ എത്ര ടൈം എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള ഒരു പ്രോസസ്സാണ് അതിൽ കൊണ്ടുവരേണ്ടി വരുന്നത് then next we move on to the integrating data from difference different different aspects നമുക്ക് ഏതൊക്കെ ഡാറ്റയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത് ഏതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ് കൊടുക്കേണ്ടത് ഐ മീൻ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ദെൻ ഫോർമുലേറ്റിംഗ് അസസ്മെന്റ് ഇൻഫോർമേഷൻ നമ്മൾ എങ്ങനെയുള്ള ഒരു അസസ്മെന്റ് ടെക്നിക്കാണ് ഇന്റർവ്യൂ മെത്തേഡ് ആണോ അല്ലെങ്കിൽ ഒബ്സർവേഷൻ മെത്തേഡ് ആണോ അപ്പൊ ഏത് ഏത് ടാക്ടിക്സ് യൂസ് ചെയ്തിട്ടാണ് അവരൊരു അസസ്മെന്റ് നമ്മൾ എടുക്കേണ്ടത് ഇത് റീഫോർമുലേറ്റിംഗ് ദ ഗോൾസ് എത്ര മാത്രം അവർക്ക് ആ ഒരു ഗോൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഞാൻ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻസ് ആണ് നെക്സ്റ്റ് പാരഗ്രാഫിലായിട്ട് കൊടുത്തിരിക്കുന്നത് okay then what are the methods നമ്മളിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അവരുടെ പല രീതിയിലുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യുന്നു then we formulise different kinds of tools or techniques for assessment aspects ഇനി എങ്ങനെയാണ് നമ്മൾക്ക് അവരുടെ ബിഹേവിയർ അല്ലെങ്കിൽ ആ ഒരു അസസ്മെന്റ് uh, നമ്മൾ ഇംപ്ലൈ ചെയ്യുന്നത് ഏതൊക്കെ മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ മെത്തേഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് it's depends upon the requirement of games അത് ക്ലയന്റിന് ഏത് രീതിയിലുള്ള പ്രോബ്ലംസ് ആണ് ഏത് രീതിയിലുള്ള ഒരു ആസ്പെക്റ്റിലുള്ള ഒരു യെസ് ഒരാളെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു okay okay fine okay then methods of assessment ഏത് രീതിയിലുള്ള പ്രോബ്ലംസ് ആണ് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ മെത്തേഡ് ഫോർമുലേറ്റ് ചെയ്യുന്നത് ബേസിക്കലി മെത്തേഡ്സ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ജനറൽ സൈക്കോളജിയിൽ സൈക്കോളജിക്കൽ ടെസ്റ്റുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് മെത്തേഡ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു first is the interview method interview method അറിയാം it's a case face to face interaction ആണ് ഇന്റർവ്യൂ മെത്തേഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് to gather the information about the about the client and clarify reserves for the assessment അപ്പൊ അത്യാവശ്യം ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ഒരു interviewer should be the to interview the client okay then അതിൽ വെർബൽ ആയിട്ടുള്ള ഒരു face to face verbal and face to face ആയിട്ടുള്ള ഒരു ആസ്പെക്ട്സ് ആയിരിക്കണം അതിലുണ്ടായിരുന്നത് അതിൽ നമ്മൾ ചോദിക്കാനായിട്ട് സാധ്യതയുള്ള questions like what does the client tell you നമ്മുടെ അടുത്ത് എന്താണ് അവർ പറയുന്നത് how much information are the willing or able to provide you അപ്പോൾ ഒരു ഇന്റർവ്യൂ മെത്തേഡിൽ നമ്മളൊരു ആയിട്ട് വെർബൽ ആൻഡ് ഫേസ് ടു ഫേസ് ആയിട്ട് ഒരു ഇന്ററാക്ഷൻ ആകുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ആസ്പെക്റ്റ് ആണ് അസസ്മെന്റിലൂടെ നമ്മൾ നോക്കുന്നത് ഓക്കെ അവരെങ്ങനെയാണ് അത് പ്രസന്റ് ചെയ്യുന്നത് അവർ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പാരാനോർ പാരവെർബൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് എങ്ങനെയാണ് ദയർ സ്പീച്ച് പാറ്റേൺ എങ്ങനെയാണ് അവരുടെ ടോൺ എങ്ങനെയാണ് വോളിയം എങ്ങനെയാണ് ഇൻഫ്ലക്ഷൻ എങ്ങനെയാണ് അവരുടെ മോഡുലേഷൻസ് എങ്ങനെയാണ് പെട്ടെന്ന് പെട്ടെന്നാണോ അവര് സ്പീഡ് വളരെ ഹറി ഹറിപുറി ആയിട്ടാണോ സംസാരിക്കുന്നത് whether their speech is organised pattern ആണോ okay and whether the client is very cooperative is there is any പാർട്ടിസിപ്പേറ്റും വളണ്ടറി ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ ആണോ from the part of client അതോ മറ്റുള്ള കമ്പൽഷനോട് കൂടിയിട്ടാണ് അവരൊരു ക്ലിനിക്കൽ uh, സെറ്റിംഗ്സിലോട്ട് വന്നിട്ടുള്ളത് ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അസസ് ചെയ്യുക in the interview method then ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ നോക്കുന്നത് ഇന്റർവ്യൂ മെത്തേഡിൽ ആ ഇൻഡിവിജ്വൽസിന്റെ ഇത്രയും ആസ്പെക്ട്സിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നത് ഇനി ഈ ഇന്റർവ്യൂ മെത്തേഡ് പല രീതിയിൽ നമുക്ക് കണ്ടക്ട് ചെയ്യാം based on the basic elements like verbal അല്ലെങ്കിൽ face to face paraverbal അല്ലെങ്കിൽ സിറ്റുവേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ച് പല ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ മെത്തേഡ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു ഒന്ന് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ അതായത് ഓപ്പൺ വളരെ ക്ലോസ് സെൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ സ്ട്രക്ചേർഡ് ഫോർമാറ്റിൽ നമുക്കൊരു പ്രോബ്ലം ഉണ്ടായിരിക്കും ആ പ്രോബ്ലത്തിനെ ബേസ് ചെയ്തിട്ടുള്ള സെവറൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അതിനനുസരിച്ചിട്ട് അവരത് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു യെസ് ഓർ നോ ഓപ്ഷൻസ് ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി സംവാട്ട് അല്ലെങ്കിൽ നോട്ട് അറ്റ് ഓൾ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വരാൻ സാധ്യതയുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് നോക്കുന്നു okay the examples of closed questions പറയുന്നുണ്ട് when did this problem begin was there any particular stressor going on that time tell you can you tell me about this problem started അപ്പൊ അതേപോലെ രീതിയിലുള്ള ഇത്രയും കൂടി ഒരു സ്ട്രക്ചേർഡ് ഫോർമാറ്റിൽ ഇൻഡിവിജ്വൽസിനെ നമ്മൾ അസസ് ചെയ്യുന്നു ദെൻ അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ഉണ്ട് അൺസ്ട്രക്ചേർഡ് എന്ന് പറയുമ്പോൾ അവർക്ക് ഇതിനും കൂടി എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിൽ ഇതിനും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള രീതിയിൽ ഒരു എന്താ പറയുക how do you feel then നിങ്ങൾക്ക് ഒരു പാസ്റ്റിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ നിങ്ങൾക്ക് എന്താണ് അപ്പോൾ തോന്നിയത് നിങ്ങളുടെ ഇമോഷൻസ് എന്തായിരുന്നു അപ്പൊ നിങ്ങൾ അത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പ്ലോർ ചെയ്യാൻ അവരുടെ ആ ഒരു വെന്റിലേഷൻ പ്രോസസ് ഇതിനും കൂടി റിവീൽ ചെയ്യിക്കുന്ന രീതിയിലുള്ള ഒരു പാറ്റേൺ ഓഫ് വർക്ക് അസസ്മെന്റ് ആണ് അൺസ്ട്രക്ചർഡ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് സോ അത് രണ്ട് രീതിയിൽ നമുക്ക് ഡിസ്ക്രിപ്ഷൻ മെത്തേഡ് ഉണ്ടായിരിക്കാം എക്സ്പ്ലോറേഷൻ ആസ്പെക്ട്സ് ഉണ്ടായിരിക്കാം ഡിസ്ക്രൈബ് ചെയ്യാം അവരെ വിവരിക്കാം അവരുടെ എന്താണ് ഒരു അല്ലെങ്കിൽ അവരുടെ ആ ഒരു സിറ്റുവേഷനെ അവർ ഡിസ്ക്രൈബ് ചെയ്യാം അതേപോലെ തന്നെ പുതിയ രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അതിന് പ്രസക്തി ഉണ്ടോ എന്ന രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കും പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ആസ്പെക്ട് അതിൽ ഇൻക്ലൂഡഡ് ആകണോ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പൊ ഇത്രയാണ് ഒരു ഇന്റർവ്യൂ മെത്തേഡിലെ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ദെൻ ഒബ്സർവേഷൻ മെത്തേഡ് ആണ് another technique of data collection നമ്മളൊരു അസസ്മെന്റ് പ്രോസസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതിൽ it refers to watching and listening to the behaviour of the client over time without manipulating and controlling it ഇതിപ്പോ ഒരു കാഷ്വൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിലാണ് കൂടുതലായിട്ട് നമ്മളൊരു ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് so it involves broadly select collecting, recording and coding behavior. Therefore, it is scientific നമ്മൾ ജസ്റ്റ് ഒരു ഇൻഡിവിജ്വൽസിനെ നോക്കുകയല്ല അവരെ ഓരോ ബിഹേവിയർ പാറ്റേണും ഓരോ ബിഹേവിയർ നമ്പർ ഓഫ് ഒക്കറൻസസും അതിന്റെ ഇന്റൻസിറ്റിയും അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഡീവിയേഷൻ ആസ്പെക്ട്സും അതായത് നെർവസ് ആണോ കാം ആണോ അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ടൈം ആ ഇൻഡിവിജ്വൽ വളരെ ഇറിറ്റബിൾ ആണോ most of time that whether that individual is happy ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യാനായിട്ടുള്ള മെത്തേഡാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് ഈ ഒബ്സർവേഷൻ മെത്തേഡ് ഏറ്റവും കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യുന്നത് പ്രൈമറി ക്ലാസ്സുകളിലുള്ള കുട്ടികളുടെ ബിഹേവിയറിൽ നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് okay then the types of observation are the naturalistic observation structured observation then unstructured participant observations like that and the third method പറയുന്നതാണ് കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത് കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുമ്പോൾ it is an in depth investigation or analysis of a single person നമ്മൾ ഒരു വ്യക്തിനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽഡായിട്ട് ആയിട്ട് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള വളരെ ഒരു ഇൻഡെപ്ത് അനാലിസിസ് നടത്തുന്ന ഒരു പ്രോസസ്സാണ് എങ്ങനെയും നമ്മൾ കേസ് സ്റ്റഡി മെത്തേഡിലൂടെയാണ് അസസ്മെന്റ് നടത്തുന്നത് so most of the assessment ടെക്നിക്സിൽ ഇന്റർവ്യൂ മെത്തേഡ് നടത്തുന്നുണ്ട് കേസ് സ്റ്റഡി മെത്തേഡ് ഉണ്ട് ക്വസ്റ്റിനെയർ മെത്തേഡ് അല്ലെങ്കിൽ സർവേ മെത്തേഡ് ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന അസസ്മെന്റ് മെത്തേഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കേസ് സ്റ്റഡി മെത്തേഡില് ഇൻഡിവിജ്വൽസിന്റെ ഹോൾ ക്ലിയർ ഡാറ്റ അവരുടെ എന്താണ് പേഷ്യൻസിന്റെ പേഴ്സണൽ ഹിസ്റ്ററി മുതൽ ഐഡിയോഗ്രാഫിക് മെത്തേഡ് അതേപോലെ തന്നെ ക്ലാസ് എന്താണ് എഡ്യൂക്കേഷണൽ ഹിസ്റ്ററി നമ്മൾ അസസ് ചെയ്യുന്നു സെക്ഷൽ ഹിസ്റ്ററി അസസ് ചെയ്യുന്നു ഒക്യുപേഷണൽ ഹിസ്റ്ററി അസസ് ചെയ്യുന്നു ഫാമിലി ഹിസ്റ്ററി ക്ലിനിക്കൽ ഹിസ്റ്ററി അങ്ങനെ ഓരോ ഡിഫറെന്റ് സെക്ഷൻസ് ആയിട്ട് premorbid premorbid history social history ഓരോ ആസ്പെക്റ്റും ഒരു സിംഗിൾ എലമെന്റ് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് എവിടെയാണ് അവർക്ക് ഒരു പ്രോബ്ലം വന്നിട്ടുള്ളത് അല്ലെങ്കിൽ എവിടെയാണ് അവർക്ക് ഒരു സപ്പോർട്ട് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് അങ്ങനെ ഒരു കീൻ ഒബ്സർവേഷൻ ഒരു കീൻ അനാലിസിസ് ആണ് കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇത്രയും ഒരു മെത്തേഡ്സ് ആണ് പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് അല്ലെ സർവേ മെത്തേഡ് ഉണ്ട് കുസ്മേയർ മെത്തേഡ് ഉണ്ട് അതാണ് അത് നമ്മൾ ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്നുള്ള രീതിയിലാണ് വരുന്നത് okay so these for the assessment process of individual then move on to next topic that is the psychological testing അപ്പോൾ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്താണ് എന്നുള്ളതാണ് it is to assess in order to assess the psychological constructs like cognitive emotional functioning about an individual like that we use some kind of psychological testing okay നമ്മൾ ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ വെറുതെ അങ്ങനെ അസസ് ചെയ്യാനായിട്ട് സാധിക്കില്ലല്ലോ ആ അസസ് ചെയ്യുന്നത് നമ്മൾ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് ആ ടെക്നിക്കിനെയാണ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് okay So the psychological tests are written, visual or verbal evaluations administered to assess the cognitive and emotional functions of children and adults അപ്പോൾ ഇത് ഇത്രയും കൂടിയും ഒരു ഒബ്ജക്റ്റീവ് ആണ് standardised measure of a sample of behaviour I think almost you may know about the psychological testing ഞങ്ങൾ കഴിഞ്ഞ വർഷം ഫസ്റ്റ് ഇയറിലൊക്കെ സാധാരണ ജനറൽ സൈക്കോളജിയിൽ ഉണ്ടാകുന്ന ഒരു ടോപ്പിക്കാണ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത് do you have any idea about psychological testing anyone please psychological testing എന്താണ് എന്നുള്ളത് അറിയാമോ ആ ആ ഇന്റലിജൻസോ അല്ലെങ്കിൽ മോട്ടിവേഷനോ അതൊക്കെ അസസ് ചെയ്യാനുള്ളത് ആ ആ അസസ് ചെയ്യാനുള്ളതിനെയാണ് നമ്മൾ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഓക്കെ ദെൻ അതിനെ പറ്റിയിട്ട് അതല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു നേച്ചർ ഓഫ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്നുള്ളത് എന്താണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കും എന്നുള്ളതിനെ പറ്റി എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ സൈക്കോളജിക്കൽ ടെസ്റ്റിങ് മോസ്റ്റ്ലി ആ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്ന ആളും അത് ടെസ്റ്റ് മീൻസ് ആരുടെ മുകളിലാണ് ചെയ്യുന്നത് അവർ രണ്ടുപേരും ഉണ്ടായിരിക്കും ഇപ്പം പല ടെസ്റ്റിംഗ്സും അതിന്റെ മാനുവൽ ഉണ്ടായിരിക്കാം ഇപ്പൊ അവർ സ്ലോട്ട് അങ്ങനെ അവരോട് ചോദിക്കും ah, എന്നിട്ട് അവരുടെ ah. ഇതും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതായിട്ട് കമ്പയർ ചെയ്യും എന്നിട്ട് അതനുസരിച്ച് ആ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ആ പ്രോസസ് ചെയ്യും അങ്ങനെ ഓരോ testing psychological testing ma'am assignment ഉണ്ടായിട്ടുണ്ടായിരുന്നു ah, ശരി ശരി നിങ്ങൾ ബേസിക് ആയിട്ട് ഇത് അറിയാം അല്ലേ psychology okay okay okay okay fine thank you okay അപ്പോൾ ബേസിക്കലി സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ അസസ്മെന്റിന് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് it should be an objective and standardised measure of a sample of behaviour okay അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളൊരു ഒബ്ജക്റ്റീവ് ആണ് നമുക്കൊരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു എലമെന്റ് അല്ല ഒരു സ്റ്റാൻഡർഡൈസ്ഡ് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും അത് ഒരു ഇൻഡിവിജ്വൽസിന്റെ പല രീതിയിലുള്ള ബിഹേവിയറിനെയും അസസ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം അത് നോർമാലിറ്റി ഗ്രൂപ്പിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം അതിനൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയൻസ് ഉണ്ടായിരിക്കും ലൈക്ക് വാലിഡിറ്റി ഉണ്ടായിരിക്കും റിലയബിലിറ്റി ഉണ്ടായിരിക്കും നോർമേറ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ടായിരിക്കും ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു some sort of group of assessment ആണ് പറഞ്ഞിരിക്കുന്നത് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ ഈ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗിലൂടെ നമ്മൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയറിന് അതേപോലെ തന്നെ പേഴ്സണാലിറ്റി ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഇന്റലിജൻസ് ആയിരിക്കാം അത് നമുക്ക് അസസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു and the difference between psychological assessment and psychological testing എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ഇത്തിരി കൂടി ഒരു ബ്രീഫ് ആയിട്ട് ഇങ്ങനെ ഒരു സെക്ഷൻസ് uh, ആയിട്ട് കൊടുത്തിട്ടുണ്ട് ലൈക്ക് സൈക്കോളജിക്കൽ അസസ്മെന്റ് എന്ന് പറയുന്നത് ഇത്തിരി കൂടി ബ്രോഡർ ആണ് നമ്മൾ അവരുടെ പല മെത്തേഡ്സ് ഉപയോഗിക്കുന്നുണ്ട് പല രീതിയിലുള്ള സ്ട്രാറ്റജീസ് യൂസ് ചെയ്തിട്ടാണ് ഒരു അസസ്മെന്റ് പ്രോസസ്സ് നടത്തുന്നത് വേറെ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ അസസ്മെന്റിന്റെ ഒരു ഭാഗമാണ് psychological testing is narrow term ആണ് ആൻഡ് ഇറ്റ് ഈസ് അസസ്മെന്റ് എന്ന് പറയുന്നത് collecting information through various techniques such as formal informal qualitative quantitative ആയിട്ടുള്ള പല ആസ്പെക്ട്സും കൂടിയിട്ടുള്ളതാണ് അസസ്മെന്റ് എന്ന് പറയുന്നത് ടെസ്റ്റ് എന്ന് പറയുന്നത് it is a standardised procedure of measurement design to measure characteristics such as ability personality or like that അപ്പൊ ഇതിന്റെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് പ്രൊസീജിയർ ആണ് ഒരു സിംഗിൾ എലമെന്റ് ആണ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് uh, എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോ പിന്നെ അതേപോലെ തന്നെ പല രീതിയിലുള്ള അസസ്മെന്റ് സൈക്കോളജിക്കൽ അസസ്മെന്റ് മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇതിൽ നമ്മൾ കൂടുതലായിട്ടും ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് പല രീതിയിലുള്ള ടെസ്റ്റുകൾ മാത്രമാണ് ഇതിൽ ഫോക്കസ് ചെയ്യുന്നുള്ളൂ തന്നെ വളരെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഷർമെന്റ് ആണ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൻഡ് ബേസ്ഡ് ഓൺ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ടെസ്റ്റിലൂടെ മാത്രമാണ് ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ അതേപോലെ തന്നെ ഒരു അവർക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആസ്പെക്ട് ഉണ്ടോ നമുക്ക് അറിയാനായിട്ട് ഒരു പക്ഷെ സാധിക്കില്ല ഫോർ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു സിമ്പിൾ പാർട്ട് ഓഫ് ബിഹേവിയർ മാത്രമേ നമുക്ക് അസസ് ചെയ്യാൻ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുള്ളൂ in psychological testing versus in assessment എന്ന് പറയുമ്പോൾ അവരുടെ ബിഹേവിയർ അവരുടെ verbal cues non verbal cues അവരുടെ ആറ്റിറ്റ്യൂഡ് അവരുടെ പെർസെപ്ഷൻ അങ്ങനെ അവരുടേതായിട്ടുള്ള സ്കിൽസ് ഇതെല്ലാം നമ്മൾക്ക് അറ്റ് എ ടൈം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇൻ സൈക്കോളജിക്കൽ അസസ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് then what are the purpose of psychological testing it's a purpose എന്ന് പറഞ്ഞിരിക്കുന്നത് എഡ്യൂക്കേഷണൽ ആസ്പെക്ട്സ് നമുക്ക് യൂസ് ചെയ്യാം ദെൻ uh, അതേപോലെ തന്നെ എഡ്യൂക്കേഷണൽ ആസ്പെക്ട്സിൽ കുട്ടികളുടെ അച്ചീവ്മെന്റ് അല്ലെങ്കിൽ എബിലിറ്റി അല്ലെങ്കിൽ ഇന്റലിജൻസ് അതേപോലെ തന്നെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള വൊക്കേഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാം അതേ then we can use for selection classification diagnosis and prediction അപ്പോൾ എഡ്യൂക്കേഷൻ സെറ്റിങ്സിൽ യൂസ് ചെയ്യാം വൊക്കേഷണൽ ആസ്പെക്ട്സിൽ യൂസ് ചെയ്യാം അതേപോലെ തന്നെ ക്ലിനിക്കൽ ആസ്പെക്ട്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് then mm, the psychological test should be uh, the characteristics like uh, വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു എലിമെന്റ് ആയിരിക്കണം അതിൽ ഉണ്ടായിരിക്കേണ്ടത് ഇറ്റ് ഷുഡ് ബി റിലയബിൾ ആയിരിക്കണം അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിരിക്കണം സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് മെഷേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് മോർ റെലവെന്റ് ആയിരിക്കണം എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതിൽ ഇൻക്ലൂഡഡ് ആകേണ്ടത് ആൻഡ് uh, പലപ്പോഴും ഒരു ഇഫക്റ്റീവ് അബൌട്ട് ഇൻഡിവിജ്വൽസിന്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു ആസ്പെക്റ്റ് ആണ് uh, ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് ആകേണ്ടത് ഓക്കെ അപ്പൊ ഇത്രയും ഒരു uh, ഒരു ഗുഡ് നോംസ് ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ ഒരു വാലിഡിറ്റി ഉണ്ടായിരിക്കണം റിലയബിലിറ്റി ഉണ്ടായിരിക്കണം ഇത് മൂന്നുമാണ് ഒരു നല്ലൊരു സൈക്കോളജിക്കൽ ടെസ്റ്റിന്റെ ബേസിക് എലമെന്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് then the types of psychological test ആണ് intelligent test then interest and aptitude test achievement test neuropsychological test personality test self report measures ഇതൊക്കെ projective test data observation test ഇത് ഡയറക്റ്റ് ഒബ്സർവേഷൻ ടെസ്റ്റ് ഇതൊക്കെ ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റിന്റെ എക്സാമ്പിൾസ് ആണ് അപ്പൊ ഇതിൽ നമ്മളൊരു ക്ലയന്റ് വരുമ്പോൾ ഒരു അസസ്മെന്റ് ടെക്നിക്കിന് വേണ്ടി ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു ടെസ്റ്റ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അസസ്മെന്റ് പ്രോസസ്സ് ഫൈനലൈസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇത്രയാണ് അസസ്മെന്റ് എന്താണ് അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആസ്പെക്ട് ടൈപ്സ് ഓഫ് അസസ്മെന്റും അതിന്റെ ക്ലാസിഫിക്കേഷൻസും സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിനെ പറ്റി നമ്മൾ പറയുന്നത് ഓക്കെ സോഫാർ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് വേണ്ടതുണ്ടോ ഫസ്റ്റ് യൂണിറ്റില് ഓക്കെ അപ്പോ നമ്മൾ അസസ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ ബ്രീഫായിട്ട് പറയാം അസസ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ സോറി ഒരു ക്ലയന്റ് വരുന്ന സമയത്ത് ഒരു കൗൺസിലിംഗ് സെഷൻസിൽ നമ്മൾ എടുക്കുന്ന ഒരു പ്രോസസ്സാണ് അസസ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു അസസ്മെന്റ് ഇൻ ദ സെൻസ് അത് അവരുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് വളരെ കളക്റ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് വളരെ സയന്റിഫിക് ആയിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അസസ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ഇൻഡിവിജ്വലിന്റെ ഹോൾ പിക്ചർ നമുക്ക് അസസ് മനസ്സിലാക്കുന്നതിനും അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള സജഷൻസോ ക്ലാരിഫിക്കേഷൻസോ അല്ലെങ്കിൽ ഗോൾ ഓറിയന്റേഷൻ പ്രോസസ്സൊക്കെ പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് we should have the assessment process അപ്പോൾ പല രീതിയിലുള്ള അസസ്മെന്റ് ടെക്നിക്സ് നമ്മൾ നടത്തുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ള മെത്തേഡ്സ് ഓഫ് അസസ്മെന്റ് ആണ് interview method observation method and case study method എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതില് അതാണ് ഫസ്റ്റ് ഹാഫിലെ അസസ്മെന്റ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു ദെൻ എന്താണ് പേർപ്പസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അവർക്ക് സ്വയം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും എന്തെങ്കിലും പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഫ്യൂച്ചർ പെർഫോമൻസ് അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ അസസ്മെന്റ് ഫോക്കസ് ചെയ്യുന്നത് ദെൻ പ്രിൻസിപ്പിൾ ഓഫ് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അസസ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വലിന്റെ ഒരു സിംഗിൾ എലമെന്റ് മാത്രമല്ല ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് കൂടി നമ്മൾ കവർ ചെയ്യുന്ന രീതിയിലാണ് അസസ്മെന്റ് ഫോക്കസ് ചെയ്യുന്നത് that's why it is a holistic approach ആണ് and assessment should be an ongoing process ആണ് ഒരു പർട്ടിക്കുലർ മൊമെന്റിൽ മാത്രം നമ്മൾ ഒരാളെ അസസ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ അവർക്ക് വേണ്ടുന്ന ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് it's an ongoing process ആണ് അവർക്ക് എപ്പോഴാണോ ഒരു ഒരു നീഡ് അല്ലെങ്കിൽ ഗോൾസ് സെറ്റ് ചെയ്യേണ്ട ഒരു സമയം വരുന്നത് അവർക്കൊക്കെ ആ സമയത്ത് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോസസ്സാണ് assessment and it should be accurate ആയിരിക്കണം അതേപോലെ തന്നെ ബാലൻസ്ഡ് ആയിരിക്കണം ആൻഡ് കോൺഫിഡൻഷ്യൽ ആയിരിക്കണം okay accurate in the sense that നമുക്കറിയാം ഒരു സൈക്കോളജിക്കൽ ആസ്പെക്ട് എന്ന് പറയുമ്പോൾ ബിഹേവിയറൽ സയൻസ് എന്ന് പറയുമ്പോൾ അതിനൊരു നൂറ് ശതമാനം ഒരു നാച്ചുറാലിറ്റി എന്ന് പറയാൻ പറ്റില്ല as in the case of science or mathematical testing കാരണം ബിഹേവിയർ ആണ് സോ ഓട്ടോമാറ്റിക്കലി പല രീതിയിലുള്ള ചേഞ്ചസും സർക്കംസ്റ്റാൻസസിനനുസരിച്ച് ഒരുപാട് വേരിയേഷൻസ് ഉണ്ടാകുന്നുണ്ട് but still uh, in the assessment process, we should be very accurate for selecting the tool and uh, uh conceptualizing the tool and uh, um, administering that particular tool. അതിന്റെ റെക്കോർഡിങ്ങും സ്കോറിങ്ങും ഒക്കെ ഒരേപോലെ അല്ലെങ്കിൽ ഇത്രയും കൂടി മാക്സിമം എറർ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു അസസ്മെന്റ് പ്രോസസ്സ് അവിടെ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇത് കഴിയുമ്പോഴേക്കും ബാക്കി എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് തോന്നുന്നു ദെൻ അസസ്മെന്റ് കോംപ്ലക്സിറ്റീസ് അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് എന്താണ് അസസ്മെന്റ് എന്നാണ് പറയുന്നത് ദെൻ നെക്സ്റ്റ് പറയുന്നത് അസസ്മെന്റിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കുറച്ച് ഡിഫിക്കൽട്ടീസ് എന്താണ് എന്നുള്ളതാണ് ഇതിൽ നോക്കുന്നത് സാധാരണ രീതിയിൽ അസസ്മെന്റിൽ കാണാൻ സാധ്യതയുള്ള കുറച്ച് ഡിഫിക്കൽട്ടീസ് ആണ് ഒന്ന് നമ്മൾ അസസ്മെന്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്നത് അതായത് അസസ്മെന്റിന് മുൻപ് നമുക്ക് ഉണ്ടാകുന്നത് അസസ്മെന്റിന്റെ നീഡ് നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ടുണ്ടോ uh, നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് അത്രയും അപ്രോപ്രിയേറ്റ് ആണോ ദെൻ യൂസ് ചെയ്യുന്ന ടെസ്റ്റിലുള്ള അതിന്റെ സ്റ്റാൻഡർഡൈസ്ഡ് നോംസ് അല്ലെങ്കിൽ അതിന്റെ ഒരു സൈക്കോമെട്രിക് പ്രോപ്പർട്ടീസോ ആണോ കൺസെന്റ് എടുത്ത് എടുക്കുന്നുണ്ടോ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ഇത്രയും ആസ്പെക്റ്റ് ആണ് as a prerequisites for assessment എന്ന രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട elements then while we are conducting assessment these are the elements which may act as a barrier in our assessment process that is an errors in our assessment that like uh, environmental factors and the competence of the counselor or the client's subjective state, ethnic, linguistic, and cultural differences, administration scoring and interpretation, and fallibility of the test scores. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്താണെന്നുള്ളത് അപ്പോൾ ഓൾമോസ്റ്റ് ഇത് പറഞ്ഞപ്പോൾ തന്നെ ഏകദേശം കുറച്ചൊക്കെ ഒരു ഐഡിയാസ് നമുക്ക് ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു so just look upon what are the errors അല്ലെങ്കിൽ what are the difficulties in considering the assessment aspect അപ്പൊ അതിൽ ഇഷ്യൂസ് ഇൻ അസസ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നതിൽ ഒന്നാമത്തെ പറഞ്ഞിരിക്കുന്നതാണ് the time and error required in assessment എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു അസസ്മെന്റിന് നമ്മൾ പലപ്പോഴും പല രീതിയിലുള്ള വേരിയേഷൻസ് ടൈമുള്ള അസസ്മെന്റ് ടെക്നിക്സ് ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഗ്രൂപ്പ് ആരാണോ ഗ്രൂപ്പിനെ അഡ്മിനിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് എലമെന്റ് അപ്പോൾ ഗ്രൂപ്പ് ആരാണ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷമായിരിക്കണം നമ്മൾ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ഏജിനനുസരിച്ചിട്ടുള്ള ഒരു അസസ്മെന്റ് പ്രോസസ്സ് നമ്മൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആൻഡ് അതിൻ്റെ അനുസരിച്ചിട്ടുള്ള ടൈമും എഫേർട്ടും എത്രമാത്രം വേണം ചിലത് വൺ അവർ ഡ്യൂറേഷനുള്ള അസസ്മെന്റ് ടെക്നിക്ക് ആയിരിക്കും ചിലത് ഹാഫ് അവർ ആയിരിക്കും ചിലത് ടെൻ മിനിറ്റ്സ് ഉണ്ടാവുള്ളൂ ചിലത് വൺ ആൻഡ് ഹാഫ് അവേഴ്സ് വരെ എടുക്കുന്ന രീതിയിലുള്ള ടെസ്റ്റുകളും ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അസസ്മെന്റ് ആസ്പെക്ട്സും ഉണ്ടായിരിക്കാം ഇതെല്ലാം നമ്മൾ ഒന്ന് നോക്കിയിട്ട് വേണം ഒരു അസസ്മെന്റ് നോട്ട് ചെയ്യുന്നത് അതിന് ഒരു എക്സാമ്പിൾ പറയുന്നത് if the client is a high school student does the test which the counsellor intend to use have the നോം of high school students If it is not there, the test scores of the client cannot be interpreted. ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഇയേഴ്സിലുള്ള ഒരു കുട്ടിയെയാണ് നമ്മൾ അസസ് ചെയ്യേണ്ടത് എങ്കിൽ അവരിൽ യൂസ് ചെയ്യുന്ന test twenty five twenty twenty five to thirty ഇയേഴ്സിനുള്ള ഒരാളുടെ ടെസ്റ്റാണ് നമ്മൾ അസസ് ചെയ്യുന്നത് എങ്കിൽ how can how we can be able to assess that particular age uh, children okay അപ്പൊ അതുകൊണ്ട് നമ്മൾ എടുക്കുന്നത് ആരാണോ എന്തിനെയാണോ എങ്ങനെയുള്ള വ്യക്തിനെയാണോ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു ടെസ്റ്റ് ആയിരിക്കണം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് then we can use different kinds of technological assistance for assessing പക്ഷെ അത് എന്തായിരിക്കണം അതിനൊരു എന്താണ് അതിനൊരു റിലയബിലിറ്റി അതിന്റെ വാലിഡിറ്റിയും അതിന്റെ നോംസും ഒക്കെ വളരെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ടെക്നോളജിക്കൽ ആസ്പെക്ട്സ് മാത്രമേ അവിടെ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ and should maintain the confidentiality then mis misuse over over use of test നമ്മളിപ്പോ അറ്റ്ലീസ്റ്റ് ഒരു ഇൻഡിവിജ്വലിന്റെ ഒരു സിംഗിൾ എന്താണ് എലമെന്റ് കൊണ്ട് മാത്രം ഒരു ബിഹേവിയർ നമ്മളിപ്പോ ഒരു ഇൻഡിവിജ്വലിന്റെ ഇമോഷൻ അസസ് ചെയ്തു ഇപ്പൊ ചിലപ്പോൾ ഇമോഷൻ ഇന്റലിജൻസിൽ ചിലരിപ്പോ ഒരു വേരിയേഷൻ ഉണ്ടായിരിക്കാം ചിലപ്പോൾ അത്രയും ഇമോഷൻ ഇന്റലിജൻസ് അത്രയും ഉള്ള വ്യക്തി ഉള്ള വ്യക്തിയായിരിക്കണം എന്നില്ല അതിനെ ബേസ് ചെയ്തിട്ട് that individuals is mentally disturbed one അല്ലെങ്കിൽ അവരുടെ മെന്റൽ ഹെൽത്ത് ഓക്കെ അല്ല നമുക്ക് we can able to tell that we can able to interpret like that okay അപ്പൊ അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന ഒരു അസസ്മെന്റിനെ ബേസ് ചെയ്തിട്ട് അവരുടെ ഒരു ഇന്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു ഡയഗ്നോസ്റ്റിക് ഫോർമുലേഷൻസിൽ അത് മിസ്ഇന്റർപ്രിറ്റ് ചെയ്യാനോ മിസ്യൂസ് ചെയ്യാനോ പാടില്ല എന്നുള്ള ഒരു കാര്യം നമ്മൾ പിൻ പോയിന്റ് ചെയ്യണം ഓക്കെ അതേപോലെ തന്നെ വളരെ നല്ല വ്യക്തമായിട്ടുള്ള ഒരു പ്രൊസീജിയേഴ്സ് യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളൊരു ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ അസസ്മെന്റ് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ ദെൻ ദ ഇനീഷ്യൽ കൗൺസിലിംഗ് സെഷൻസിലാണെങ്കിൽ the counsellor can decide whether any test need to be used as a part of assessment procedure if yes, then what type of test and their appropriateness for the client should be find out basically നമ്മളൊരു സെഷൻ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് സെഷനിൽ തന്നെ നമ്മൾ ആദ്യം അവർക്ക് ഒരു അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് കൊടുക്കുകയല്ല ചെയ്യുന്നത് ഓക്കെ നമ്മൾ അവർ തന്നെ റാപ്പോ ക്രിയേറ്റ് ചെയ്ത് അവരുടെ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ മെത്തേഡിലൂടെയോ പല രീതിയിലുള്ള ഒബ്സർവേഷൻ ആസ്പെക്ട്സിലൂടെയോ അവരുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ച് കേസ് ഹിസ്റ്ററി മെത്തേഡിലൂടെയോ ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അവർ പ്രോബ്ലംസ് നമുക്ക് ഐഡന്റിഫൈ ആകുന്നതിന് മുൻപ് അല്ലെങ്കിൽ പ്രോബ്ലത്തിന്റെ ഏകദേശം ഒരു ധാരണ കിട്ടിയതിന് ശേഷമാണ് ഏത് ടെസ്റ്റ് കൊടുക്കാൻ സാധിക്കുള്ളൂ നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കുക അത് ചിലപ്പോൾ സെക്കൻഡ് സെഷനിലോ അല്ലെങ്കിൽ തേർഡ് സെഷനിലോ ആയിരിക്കും നമുക്കത് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കില്ല ബേസ്ഡ് ഓൺ ദ ക്ലയൻസ് എന്താ പറയുക അവരുടെ അപ്രോച്ചിനെയും അതേപോലെ തന്നെ അവരുടെ പ്രോബ്ലത്തിന്റെ ഇന്റൻസിറ്റിക്ക് അനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഒരു വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമ്മളൊരു ടെസ്റ്റിനുള്ളത് നോക്കുക ദെൻ ഇൻക ഇൻഡയറക്റ്റഡ്നെസ് ഓഫ് ദി മെഷർമെന്റ് പലപ്പോഴും നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ wants to measure the mental most of the psychological test and test are indirect for example the counsellor the school counsellor wants to measure the mental ability or intelligence of the students of a particular class now the individuals cannot be seen directly പലപ്പോഴും ഒരു ഇൻഡിവിജ്വൽസിന്റെ ബിഹേവിയർ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിന്റെ പല ആസ്പെക്ട്സും അസസ് ചെയ്യുന്നത് ഒരു സിംഗിൾ എലമെന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കാം എന്നാണ് പറയുന്നത് അപ്പൊ സ്കൂൾ കൗൺസിലിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നതിൽ ഒരു സിംഗിൾ എലമെന്റിനെ ബേസ് ചെയ്തിട്ട് മാത്രമല്ല പല ആസ്പെക്ട്സും അവിടെ അക്കാഡമിക് അച്ചീവ്മെന്റ്സും അക്കാഡമിക് ആയിട്ടുള്ളതും പിയർ റിലേഷൻസും ഫാമിലി റിലേഷൻസും എല്ലാതും വരുന്ന രീതിയിലുള്ള ഒരു ടെസ്റ്റ് ആയിരിക്കും പലപ്പോഴും നമുക്ക് നടത്തേണ്ടി വരിക അപ്പോൾ സ്കൂൾ കൗൺസിലറിൽ ചിലപ്പോൾ ഒരു മെന്റൽ എബിലിറ്റി അല്ലെങ്കിൽ ഇന്റലിജൻസ് മാത്രമായിരിക്കും അവിടെ അസസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ മറ്റുള്ള പല കാര്യങ്ങളും അവിടെ കൊടുക്കാനായിട്ട് സാധിച്ചൊന്നും വരില്ല അപ്പൊ അതൊക്കെ നോട്ട് ചെയ്യണം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ദെൻ ഇൻകംപ്ലീറ്റ്നെസ് ഓഫ് മെഷർമെന്റ് പലപ്പോഴും ഒരു എന്താണ് ഒരു സിംഗിൾ എലമെന്റ് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് പല രീതിയിലുള്ള കമ്പൈൻഡ് ആസ്പെക്ട്സും അവിടെ ഇൻഫോർമേഷൻസിനെ കണക്ട് ചെയ്യേണ്ടതായിട്ട് വരാം then safety of testing materials നമ്മൾ യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റിംഗ് uh, മെറ്റീരിയൽസ് വളരെ കറക്റ്റായിട്ട് uh, എന്താ പറയാ സേഫ് ഗാർഡായിട്ട് വെക്കണം അത് നല്ല രീതിയിൽ അത് പ്രൊട്ടക്ട് ചെയ്ത് വെക്കണം മറ്റുള്ളവരത് മിസ്യൂസ് uh, ചെയ്യാത്ത രീതിയിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് ദെൻ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു അസസ്മെന്റ് നടത്തിയതിന് മുൻപ് നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട കുറച്ച് ആസ്പെക്ട്സ് എന്ന് പറയുന്നത് then what are the prerequisites for assessment എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അസസ്മെന്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് need for assessment what is need for assessment what are the aspects we want to assess what information answer we are looking for through the assessment ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പിൻ പോയിന്റ് ചെയ്തിട്ട് വേണം നമ്മളൊരു അസസ്മെന്റ് കണ്ടക്ട് ചെയ്യാൻ is it um, necessary to assess the individuals that particular type of behavior. അപ്പോൾ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് ഒരു ക്ലയന്റിനെ കാണുമ്പോൾ നമുക്ക് ഇന്നൊരു ടെസ്റ്റ് എന്നാൽ ഒരു ഇന്റലിജൻസ് നടത്തി കളയാം എന്നൊരു മോട്ടിവേഷൻ ടെസ്റ്റ് നടത്താം എന്നൊരു പേഴ്സണാലിറ്റി ടെസ്റ്റ് നടത്താം അങ്ങനെയുള്ള രീതിയിലായിരിക്കരുത് നമ്മളൊരു വളരെ കീൻ ആയിട്ട് ഒബ്സർവ് ചെയ്ത് അവരെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്ത് വേറെ എന്തെങ്കിലും ഫാക്ടേഴ്സിന് ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കി അതെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കണം visit whether it is necessary to conduct the assessment. Okay, then appropriateness of the test. Once we decide, yes, it is necessary conduct an assessment. So what kind of test we can be able to use? Whether the test is particularly suitable for that particular type of behavior. നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾ അസസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടെസ്റ്റ് അവരുടെ ബിഹേവിയറിനെ യൂസ് ചെയ്യാൻ ബിഹേവിയറിനെ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണോ ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ പ്രോബ്ലം നിങ്ങൾ അസസ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു വിചാരിക്കുക ഇപ്പോൾ സ്കൂൾ കൗൺസിലേഴ്സ് ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡയറക്ടറിനനുസരിച്ച് കുട്ടി ഭയങ്കര വികൃതിയാണ് ക്ലാസ്സിൽ ഒട്ടും ബഹളം എന്താ പറയുക ഭയങ്കര ബഹളമാണ് ശ്രദ്ധിക്കുന്നില്ല മറ്റുള്ളവർ ഉപദ്രവിക്കുന്നു എന്നുള്ള രീതിയിലായിരിക്കും അവരെ ഡയറക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക ഓക്കെ അപ്പോൾ ആ ഡയറക്ഷൻ അനുസരിച്ചിട്ട് we just form our own assessment aspects നമ്മൾ അവരെ ഒബ്സർവ് ചെയ്യുന്നു ഇൻ ബിറ്റ്വീൻ പ്ലേ ടൈമിലോ അല്ലെങ്കിൽ അക്കാഡമിക് ഒക്കെ നമ്മൾ എപ്പോഴെങ്കിലും അവരെ ഒബ്സർവ് ചെയ്യുന്നു അവരെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ബിറ്റ്വീൻ ഇടയിൽ നമ്മൾ ചോദിക്കുന്നു അവരെ നമ്മൾ കൺസൾട്ടേഷൻ എന്നുള്ള രീതിയിൽ കൗൺസിലേഴ്സിന് മുമ്പിൽ വിളിക്കുന്നു അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു പല പല ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് അവരുടെ ഇന്റൻഷൻസും അവരുടെ ബിഹേവിയേഴ്സും അവരുടെ മോട്ടീവ്സും അവരുടെ ഇമോഷൻസും അവരുടെ ഹാബിറ്റ്സും ലൈക്ക് ദാറ്റ് എല്ലാ കാര്യങ്ങളെയും പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു നാച്ചുറൽ ഫോം നമ്മൾ റിസീവ് ചെയ്യുന്നു ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന പോലെ റിസീവ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടാണ് we just form whether it is necessary to conduct a particular assessment if yes what kind of assessment we need behavioural assessment ആണോ അത് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അസസ്മെന്റ് ആണോ ആവശ്യമുള്ളത് അത് എന്തെങ്കിലും academic performance L D related ആയിട്ടുള്ള എന്തെങ്കിലും അസസ്മെന്റ് ആണോ ആവശ്യമുള്ളത് or is any kind of intelligent test should be needed okay അങ്ങനെയുള്ള decisions എടുത്തതിന് ശേഷം we just fix up which kind of test is most suitable for that individual. So we are selecting a particular test with appropriate to the problem of the student. Okay അപ്പൊ അതിന്റെ അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ദ ടെസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണോ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലം ഉള്ളത് അത് അസസ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റ് ആയിരിക്കണം നമ്മൾ നോക്കേണ്ടത് and should refer should also focus on whether the particular test is conducting or is having any kind of reliability or validity നമ്മൾ പറഞ്ഞു വളരെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സേ നമ്മൾ യൂസ് ചെയ്യാവൂ because we are dealing with the behaviour of an individual അതേപോലെ തന്നെ it should be a scientific aspects ആണ് and it's kind of precise ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ നടത്തേണ്ടത് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ മിസ്സാകാൻ സാധ്യതയുള്ള ഒരു ആസ്പെക്ട് എന്ന് പറയുന്നതാണ് the standardisation process standardised procedure of a particular test അതാണ് reliability and validity reliability in the sense that നമ്മൾ എടുക്കുന്ന ടെസ്റ്റിന്റെ കൺസിസ്റ്റൻസി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ഒരു ഇന്റലിജൻസ് ടെസ്റ്റ് നമ്മൾ മെഷർ ചെയ്തു പത്ത് ദിവസം കഴിഞ്ഞിട്ട് സെയിം ഇൻഡിവിജ്വലിന് ഈ സെയിം ഇൻഡിവിജ്വൽ ടെസ്റ്റ് നട ടെസ്റ്റ് നടത്തുമ്പോൾ രണ്ട് സമയത്തും കിട്ടുന്ന റിസൾട്ട് സെയിം ആണെങ്കിൽ ദ ടെസ്റ്റ് ഈസ് റിലയബിൾ എന്ന് നമുക്ക് പറയാം if the two results are entirely different ആണെങ്കിൽ that particular test is not reliable for assessing the intelligence okay അതിനെയാണ് നമ്മൾ റിലയബിലിറ്റി എന്ന് പറയുന്നത് വെറസ് വാലിഡിറ്റി എന്ന് പറയുന്നത് what is intended to measure when we are selecting a particular type of test which is sought to measure the intellectual capacity of the individual. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം അവിടെ ഉണ്ടാകേണ്ടത് ലൈക്ക് മെമ്മറി കൺസെപ്റ്റ് ഉണ്ടായിരിക്കണം റീസണിങ് എബിലിറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കണം ജനറൽ ഇൻഫോർമേഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ തിങ്കിങ് പ്രോബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കണം ഇതെല്ലാം ഉണ്ടെങ്കിലാണ് നമ്മൾ ഇന്റലിജന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് അത് വെർബലില് നോൺ വെർബലില് വേറെ ആസ്പെക്ട് ആണ് അപ്പോ ആ ഒരു ക്വസ്റ്റ്യൻസ് ഉള്ള ടെസ്റ്റ് ആണെങ്കിൽ it is the valid validity of that particular test for അസസ്മെന്റിൽ നമ്മൾ എടുക്കുന്ന സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ അസസ്മെന്റ് ടെക്നിക്സുകൾ റിലയബിൾ ആണോ വാലിഡ് ആണോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് it's a prerequisites of an assessment and consent of the test taker it's essential part essential ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് ഹാവിംഗ് ദി കൺസെന്റ് ഇപ്പൊ ഇത് മൈനർ സ്റ്റുഡന്റിനെയാണ് നമ്മൾ കൗൺസിലിങ്ങിന് കൊണ്ടുവരുന്നതെങ്കിൽ it should be have an consent from their parents or the caregivers കാരണം എങ്കിൽ മാത്രമാണ് നമ്മൾ പല അസസ്മെന്റ് നടത്താനായിട്ട് നമുക്ക് പാടുള്ളൂ അതർവൈസ് ഇറ്റ് ഇസ് അൺഎത്തിക്കൽ ആണ് അവർക്ക് എന്തെങ്കിലും ഒരു കേസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ കൊടുക്കാനായിട്ട് വളരെ ഈസിയാണ് നമ്മൾ കൺസെന്റ് എടുക്കാതെ നിന്ന് എന്തെങ്കിലും ഡാറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ സോ അതൊരു കൺസെന്റ് എടുക്കേണ്ടത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് അപ്പൊ അത് ഓരോ കൗൺസിലിംഗ് സെഷൻ സ്റ്റാർട്ട് ചെയ്യണേക്കാളും മുൻപേ തന്നെ നമ്മൾ അവരുടെ നമ്മളുടേതായിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സെറ്റിങ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന aspect of consent. Then the uh, next point is the confidentiality. Uh, as a counselor, you should organize, recognize this fact that trust is a cardinal factor in the counseling relationship and you should earn this trust by establishing proper rapport, setting up appropriate boundaries, explain the roles, relationships, responsibilities, limitations and maintaining confidentiality. നമ്മൾ ആരും എന്താ പറയാ ഇതെല്ലാം സെറ്റ് ചെയ്ത് ഇങ്ങനെ റെഡിമെയ്ഡ് ആയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്ന വ്യക്തികളല്ല ബട്ട് ത്രൂ അവർ അപ്രോപ്രിയേറ്റ് എന്താ പറയാ response through our appropriate responsibilities through our setting up the boundaries between the counsellor and the client അവരുടെ പേഴ്സണൽ ആയിട്ടോ അവരുടെ ഫിനാൻഷ്യൽ ആയിട്ടോ അവരുടെ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇടപെടാതെ ഇറ്റ്സ് ദ ഷുഡ് എന്താ പറയാ set up a boundary between the client and counsellor നമ്മുടെ റോള് വളരെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്ന രീതിയിലുള്ള സെഷൻസ് ഹാൻഡിൽ ചെയ്യാം ഇതെല്ലാതുമാണ് ഒരു കോൺഫിഡൻഷ്യാലിറ്റിയിലോട്ട് ലീഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാ നമ്മുടെ മുമ്പിൽ വരുന്ന ഏതൊരു ക്ലയന്റ് ആയാലും അവർക്ക് okay whether that counsellor is എന്ന് പറഞ്ഞാൽ ഓക്കെ ആണോ അല്ലെങ്കിൽ അവര് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇനി വേറൊരാളുടെ അടുത്ത് പോയി ഷെയർ ചെയ്യൂ എന്നുള്ള ഒരുപാട് പേടിയും അല്ലെങ്കിൽ ഡൗട്ടൊക്കെ കണ്ടിട്ടാണ് ഏതൊരു ക്ലയന്റ് ആയാലും നമ്മുടെ മുമ്പിലോട്ട് വരുന്നത് So it is necessary to have the confidentiality. Okay. Then what are the errors in assessment errors അസസ്മെന്റിൽ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള എറേഴ്സ് തെറ്റുകൾ എന്തൊക്കെയായിരിക്കാം അല്ലെങ്കിൽ ഒരു പല രീതിയിലുള്ള ഇന്റൻഷനലിയോ അൺഇൻറ്റൻഷനലിയോ സംഭവിക്കാൻ സാധ്യതയുള്ള മിസ്റ്റേക്സ് എന്തായിരിക്കാം എന്നാണ് പറയുന്നത് ഫസ്റ്റ് വൺ ഈസ് ദ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്യാനിരിക്കുന്ന സമയം അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാനിരിക്കുന്ന സ്ഥലം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അത് ക്ലയന്റിനെ സംബന്ധിച്ചിട്ടായാലും ശരി കൗൺസിലറിനെ സംബന്ധിച്ചിട്ടായാലും ശരി the test room should be well ventilated and proper lighting അതേപോലെ തന്നെ എന്റെ ഫർണിച്ചിങ് സെറ്റിംഗ്സ് ഒക്കെ വളരെ വെൽ എന്താണ് പ്രൊഫഷണലി ആയിരിക്കണം then uh, the counselor should uh, ensure the testing environment should be suitable for for the client ഒരു വളരെ കംഫർട്ട് പൊസിഷനിൽ ഇരിക്കാൻ സാധിക്കുക അതേപോലെ തന്നെ നോയ്സ് അല്ലെങ്കിൽ uh, എന്താ പറയുക ഇനാക്യുറേറ്റ് ആയിട്ടുള്ള ടൈമും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ that may affect the individual's performance too okay അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സെറ്റ് ആക്കുക അതർവൈസ് uh, നമ്മൾ വിചാരിക്കും അതിലൊന്നും വലിയ കാര്യമില്ലെന്ന് വിചാരിക്കും ബട്ട് നമ്മളിപ്പോ ഇപ്പൊ നിങ്ങൾ തന്നെ even you are sitting in different times in different localities in different uh, personal settings like that നിങ്ങൾ വളരെ ക്രൗഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന്റെ എന്തെങ്കിലും ഒരു ഫംഗ്ഷന്റെ ഇടയിലാണ് ഈ ക്ലാസ് കേൾക്കുന്നതെങ്കിൽ how can be how you can be able to attend the aspects in that mode അല്ലേ ഈവൻ നമ്മളൊരു ഓൺലൈൻ മെത്തേഡിലാണെങ്കിൽ കൂടിയും ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുന്ന ഒരു ആംബിയൻസിൽ ഇരിക്കുന്നതും ഇൻ ദ ഇൻ ദിസ് പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് we can we should create an classroom ambience വേണ്ടേ നമ്മൾ ഒരു ഒരു ക്രിയേ കഷ്ടപ്പെട്ട് ക്രിയേറ്റ് ചെയ്ത് മക്കളോടും അല്ലെങ്കിൽ അവരോടൊക്കെ സൈലന്റ് ആയിട്ട് ഇരിക്കുക ക്ലാസ് ഉണ്ട് ഉണ്ടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഡോറൊക്കെ അടച്ച് സെറ്റിംഗ് പൊസിഷൻ ഒക്കെ ഓക്കെ ആക്കി ഒക്കെ ഇരിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് ആ ഒരു ആംബിയൻസ് ലഭിക്കുമായിരിക്കും ബട്ട് വി ആർ ഇപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്താൽ മതി സോ ദാറ്റ് ഈസ് ദ എൻവയോൺമെന്റൽ factors in the which effect in the counselling sessions two then the competence of the counsellor whether I am okay, whether I am confident, uh, whether I am uh, able, uh, I think I am able, I think I am confident to take all these questions. Uh, so it is my ability. As a counsellor it is my ability അല്ലെങ്കിൽ ആ ഒരു കോമ്പറ്റന്റ് ആണ് അല്ലെങ്കിൽ ഐ ആം ഏബിൾ എന്നുള്ളത് നമുക്ക് അസസ് ചെയ്യാൻ സാധിക്കും അപ്പൊ നമ്മൾ വളരെ പേടിച്ച് അയ്യോ ഇനി എന്ത് പ്രോബ്ലം കൊണ്ടാണോ ആ ക്ലയന്റ് വരുന്നത് അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കാര്യം കൊണ്ടാണോ ക്ലയന്റ് വരുന്നത് എന്ത് ചെയ്യും എന്നുള്ളൊരു എന്നുള്ളൊരു ആസ്പെക്റ്റിലൂടെ ഒരു ഒരു എന്താ പറയാ ഒരു തിങ്കിങ് പ്രോസസ്സിലൂടെയാണ് നമ്മൾ ഇരിക്കണമെങ്കിൽ we are not apt for taking that session at that moment എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ കാരണം അതിനനുസരിച്ചിട്ടായിരിക്കും ബാക്കി അവർ പറയുന്ന ഓരോ സിറ്റുവേഷൻസിനെയും നമ്മൾ അനലൈസ് ചെയ്യുന്നതും പെർസീവ് ചെയ്യുന്നതും ഇന്റർപ്രറ്റ് ചെയ്യുന്നതും so there is a chance for lot of mistakes while എന്താണ് അവരെ അസസ് ചെയ്യുന്ന സമയത്തോ അവരുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്തോ ഇൻഫർമേഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്യുന്ന സമയത്തോ ഒക്കെ ഒരുപാട് എറേഴ്സ് സംഭവിക്കാം ഓക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഒരു അൾട്ടിമേറ്റ് ഒരു കൗൺസിലർ ആണ് എന്ന് നമ്മളുടെ ഗോൾ എങ്കിൽ അതിന് വേണ്ടുന്ന സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന സ്കിൽസിൽ നമ്മൾ ട്രെയിൻഡ് ആകുക എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഓക്കെ അപ്പൊ അത് പലപ്പോഴും അതൊരു എന്താണ് ഒരു എറേഴ്സ് സംഭവിക്കുക അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ആയിട്ട് ഒരു ബാരിയർ ആയിട്ട് വരാൻ സാധ്യതയുള്ളതാണ് the competence of the counsellor എന്ന് പറഞ്ഞിരിക്കുന്നത് and of course the client's subjective state whether the client is in a different uh, mood state വളരെ ഡിപ്രസീവ് uh, ആയിട്ടുള്ള സ്റ്റേജിലാണെങ്കിൽ വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിഫറെൻ്റ് ആംബി മൂഡ് എലമെൻറ്റിലാണെങ്കിൽ ഫീലിംഗ് വളരെ ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ പലപ്പോഴും അത് ഒരു സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് uh, എടുക്കുന്ന സമയത്ത് ഇറ്റ് മേ ബി ഡിഫിക്കൽട്ട് അപ്പോൾ അതിനാണ് നമ്മൾ റാപ്പോ ക്രിയേറ്റ് ചെയ്ത് അതിന് വേണ്ടുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് അതേപോലെ തന്നെ കൂടി കൺസെന്റ് എടുത്ത് അവരെല്ലാ രീതിയിലുള്ള ആസ്പെക്ട്സും കൺസിഡർ ചെയ്തുകൊണ്ട് മാത്രം നമ്മളൊരു ഒരു ഡയഗ്നോസിസ് അല്ലെങ്കിൽ അസസ്മെന്റ് പ്രോസസ്സിലോട്ട് പോകാൻ പാടുള്ളൂ then ethnic and ling linguistic and cultural differences നമ്മൾ പറഞ്ഞു ലാംഗ്വേജ് ബാരിയേഴ്സ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ കൾച്ചറൽ ബാരിയേഴ്സ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ എത്തനിക് ആയിട്ടുള്ള കസ്റ്റം ബാരിയേഴ്സ് ഉണ്ടായിരിക്കാം ഇതൊക്കെയും ഒരു ക്ലയന്റും കൗൺസിലറും തമ്മിലുള്ള അസസ്മെന്റിനെ എഫക്ട് ചെയ്യാൻ സാധ്യതയുള്ള ബാരിയേഴ്സ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ആണ് ഓക്കെ അപ്പോൾ ഒന്നുകിൽ നമ്മൾക്ക് അത് മനസ്സിലാക്കിയിട്ട് അവർ അസസ് ചെയ്യാം അല്ലെങ്കിൽ we can refer to another counsellor who can who has capable for dealing such aspects okay then administration scoring and interpretation നമ്മൾ ഏതെടുക്കുന്ന സമയത്ത് ഇപ്പോൾ നേരത്തെ ഒരു പറഞ്ഞ പോലെ തന്നെ there should be a some kind of manual for analysing interpreting administering scoring of that particular test അപ്പൊ അതിനനുസരിച്ചിട്ട് തന്നെ നമ്മളത് പോകാൻ പാടുള്ളൂ അപ്പൊ അതിനനുസരിച്ചിട്ട് തന്നെ ആയിരിക്കണം നമ്മളത് പോകേണ്ടത് പലപ്പോഴും നമ്മളൊക്കെ അത് സാധിക്കാതെ വരുമ്പോഴാണ് വളരെ ഒരു എന്താ പറയുക ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻസിലോട്ട് പോകുന്നത് then fallibility of the test scores നമ്മളൊരു ടെസ്റ്റ് സ്കോർ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അതേപോലെ തന്നെ ഒരു സബ്ജക്റ്റീവ് എലമെന്റ് അല്ലാതെ ആയിരിക്കണം ഒരു ടെസ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് ടെസ്റ്റ് സ്കോർ റെക്കോർഡ് ചെയ്യേണ്ടത് അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയേഴ്സ് ഉണ്ട് ടെസ്റ്റ് സ്കോർ ചെയ്യാനും അത് അനലൈസ് ചെയ്യാനും അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ആസ്പെക്റ്റിലായിരിക്കണം നമ്മളത് നോക്കേണ്ടത് ഓക്കെ ഇപ്പോൾ ഡ്രീം ആസ്പെക്ട്സ് ആണ് the unit two complexity of assessment എന്നുള്ളതിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് ഏതെങ്കിലും പോയിന്റ് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് എങ്കിൽ please so the third unit എന്ന് പറയുന്നത് ambience and the climate needed for assessment and counselling നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ഇത്രയും കൂടിയും ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു കാര്യങ്ങളിലോട്ടാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പോകുന്നത് how to provide a provide safe and positive environment നമുക്ക് എങ്ങനെ പ്രൊവൈഡ് ചെയ്യാം കൗൺസിലിംഗ് സെറ്റിംഗ് എങ്ങനെയായിരിക്കണം mindset of the client എങ്ങനെയൊക്കെ ആയിരിക്കാം then the pre counselling interview എന്താണ് ഒരു പ്രീ കൗൺസിലിംഗ് ഇന്റർവ്യൂ എങ്ങനെയാണെന്നുള്ളതാണ് ഓക്കെ അപ്പൊ ആംബിയൻസിന്റെ കാര്യം നമ്മൾ ജസ്റ്റ് ഇപ്പൊ പറഞ്ഞു അല്ലെ എങ്ങനെയായിരിക്കണം ഒരു ആംബിയൻസിന്റെ ഇമ്പോർട്ടൻസും അല്ലെങ്കിൽ അതിന്റെ ഒരു റെലവൻസും എന്തായിരിക്കണം ഇപ്പൊ പലവർക്കും പല ഇൻഹിബിഷൻസ് ആണുള്ളത് ഇപ്പൊ ഈവൻ നമ്മുടെ ക്ലാസ്സിൽ തന്നെ ആയാലും ആ ഒരു ആംബിയൻസ് എന്നുള്ള ഒരു ഡിഫറൻസ് കാരണം കൊണ്ട് തന്നെ ഞാൻ എങ്ങനെയാണെന്ന് അറിയില്ല നിങ്ങൾ എന്താണെന്നുള്ളത് അറിയില്ല അപ്പൊ അതുകൊണ്ടുള്ള ഒരുപാട് ബാരിയേഴ്സ് ഉള്ളത് കൊണ്ട് ഒരു ഇൻഹിബിഷൻസ് ആണ് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്നത് അപ്പൊ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു I guess you are select this psychology ഒരു പാഷൻ ഒരു ഇൻട്രസ്റ്റ് ആയിട്ടായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവുക അല്ലാണ്ട് ആരും നിങ്ങളെ കമ്പൽ ചെയ്തിട്ട് ഇതിലോട്ട് ഈ ഒരു കോഴ്സ് എടുക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടായിരിക്കില്ല അല്ലേ അപ്പോൾ you have that particular type of എന്താണ് ആ ഒരു ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ആ ഒരു അംബേഷനോ പാഷനോ ഒക്കെ ഉണ്ടായിരിക്കും അറ്റ്ലീസ്റ്റ് അറിയാൻ എന്താണ് ഇത് സംഭവം എന്ന് അറിയാനായിരിക്കും നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കുക അപ്പോൾ ആസ് എ ഒരു മെന്റൽ ഹെൽത്തിൽ വർക്ക് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് അറിയുന്ന ഒരാളാണെങ്കിൽ Uh, the first of all we should have a kind of uh, എന്താണ് ഒരു പോസിറ്റീവ് മെൻ്റൽ ഹെൽത്ത് നമ്മളിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ആ പോസിറ്റീവ് മെന്റൽ ഹെൽത്ത് നമ്മളിൽ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ ഒരുപാട് ആസ്പെക്ട്സ് അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും അതായത് അവരുടെ എന്താ പറയുക ബിഹേവിയർ ആയിരിക്കാം ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം വേ ഓഫ് റെസ്പോണ്ടിങ് ആയിരിക്കാം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻസ് ആയിരിക്കാം ഇൻഹിബിഷൻസ് ഇല്ലാതെ റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് അല്ലേ first of all we should make a good mental health and other that's uh, അത് അത് എങ്കിൽ മാത്രമാണ് we can explore it to the surroundings എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഓക്കെ അപ്പൊ ambience is a very important element ആണ് അതിൽ how to improve safe and positive environment നമുക്ക് എങ്ങനെ അത് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും ഇപ്പൊ just imagine that you are sitting as a counsellor and you are sitting you are taking a different place for your counselling sessions or like that so just imagine what all these things you should make in your counselling session അല്ലെങ്കിൽ എന്താ നിങ്ങൾ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു സിറ്റുവേഷൻസിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈവൻ ഒരു ഡോക്ടറിന്റെ അടുത്ത് പോലും നമ്മൾ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറിയാതെ നമ്മളുടെ ആ ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഉണ്ടാകുന്ന ഫീലിങ്സ് നമുക്ക് റിഫ്ലക്ട് ചെയ്യാൻ സാധിക്കും ചില ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോയി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഓ ദാറ്റ്സ് ഫൈൻ എന്നുള്ളൊരു ഫീലിംഗ് നമുക്കുണ്ടായിരിക്കും ചില ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയി കഴിഞ്ഞ് പോരുമ്പോൾ വേറെ ഏതെങ്കിലും ഡോക്ടറെ അടുത്ത് പോയാൽ മതിയായിരുന്നു അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒന്ന് ചോദിച്ചൂടെ ആ ഡോക്ടർക്ക് എന്താണെന്നുള്ളതൊന്ന് ചോദിച്ചൂടെ ഒന്നും ഇണ്ടാത്ത ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും അപ്പോൾ ഈവൻ നമുക്ക് പോലും ഒരു എന്താണ് ഒരു ഒരു സ്റ്റേറ്റ് ഓഫ് സംതിങ് ഒരു ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് simply that is providing a safe and positive environment നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവിടുത്തെ safe and positive environment absence ആയിരിക്കാം അല്ലെങ്കിൽ that safe and positive environment presence ആയിരിക്കാം ഓക്കെ അപ്പൊ അതിൽ ഒന്നാമത്തെ പറഞ്ഞിരിക്കുന്നതാണ് എസ്റ്റാബ്ലിഷിംഗ് റാപ്പോ ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എന്റെ അടുത്ത് സംസാരിക്കാൻ തോന്നണമെങ്കിൽ ഒരു റാപ്പോ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് അല്ലെ അതർവൈസ് ആരും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഷെയർ ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ് അത് തന്നെയാണ് അല്ലെങ്കിൽ ഇതിനേക്കാൾ ഇത്രയും കൂടിയും ഒരു ഡീറ്റെയിൽഡ് ആസ്പെക്ട്സിലാണ് while we are sitting in front of a doctor while we are sitting in in a consultation process അതില് നമ്മൾക്ക് അങ്ങോട്ട് എന്തെങ്കിലും ക്ലയന്റിന് ഒരാളുടെ അടുത്ത് ഒരു ഡോക്ടറിന്റെ അടുത്ത് എന്തെങ്കിലും പറയണമെങ്കിൽ അതിനുള്ള ഒരു സ്പേസ് അതിനുള്ള ആ ഒരു കോൺഫിഡൻഷ്യാലിറ്റിയോ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റോ കൗൺസിലർ അവിടെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു എലമെന്റ് എന്ന് പറയുന്നത് അതിനെയാണ് നമ്മൾ റാപ്പ് ക്രിയേറ്റ് എന്ന് പറയുന്നത് അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഐ മീൻ അവർക്ക് ജനറലി പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നും തോന്നാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് ഒരു റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യുക അതേപോലെ തന്നെ ഒരു എന്താണ് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടോക്കിംഗ് ഒരു ട്രസ്റ്റി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടോക്കിങ്സ് ഒക്കെ അവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ് അവിടെ പറയുന്നത് ദെൻ എസ്റ്റാബ്ലിഷൻ റാപ്പോയില് റെഡിനെസ് ഓഫ് ദ ക്ലയന്റ് ആ ക്ലയന്റ് റെഡി ആണോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ഇപ്പൊ ചില കേസിലൊക്കെ ക്ലയന്റ് സ്വയം തോന്നിയിട്ട് doctor I have this kind of problem I need your help എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്ക് uh, എനിക്ക് എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട് എന്ന് I know but I can't sure that how can I solve this this things അങ്ങനെയുള്ള ക്ലയന്റ് ആണ് നമ്മുടെ മുമ്പിൽ വരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ദ ഗോൾ സെറ്റിങ്ങും നമ്മൾ എടുക്കുന്ന മെഷേഴ്സും ഇത്തിരി കൂടി ആപ്റ്റ് ആവാനും സക്സീഡ് ആവാനുള്ള chances are high when compare to those who are referred from other persons ഇവനെ കൊണ്ട് വലിയ ശല്യമാണ് ഞങ്ങൾ പറഞ്ഞ ഒന്നും കേൾക്കില്ല ഇങ്ങോട്ട് വരാൻ തന്നെ തല്ലി എമിച്ച് മറ്റുള്ളവരെ നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് അവിടെയാണ് ഒരു റാപ്പോ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് വി ഷുഡ് എന്താ പറയുക പ്രാക്ടീസ് ചെയ്യേണ്ടതും അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യേണ്ടതും എഫേർട്ട് എടുക്കേണ്ടതും അപ്പൊ അങ്ങനെയുള്ള രണ്ട് രീതിയിലുള്ള ക്ലയൻസ് ആയിരിക്കും നമ്മുടെ മുമ്പിൽ വരുന്നുണ്ടായിരിക്കുക അപ്പൊ ഈ രണ്ട് ക്ലയൻസിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുക അല്ലെങ്കിൽ അവരുടെ ആ ഒരു എന്താ പറയാ ക്ലയൻസിന്റെ ഒരു യൂഷ്വൽ എൻട്രി എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് ഇത്രയും കൂടി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള രീതിയിൽ റാപ്പോ ക്രിയേറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അവർക്ക് റാപ്പോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവര് പറയുന്നതിനൊക്കെ തലാട്ടുക എന്നുള്ളത് മാത്രമല്ല റാപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇൻട്രസ്റ്റ് ചോദിക്കാം അവർ പോസിറ്റീവ് ആയിട്ടുള്ള എലമെന്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ചോദിക്കാം ഓഹോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലേ oh that's good that's great എന്നുള്ള രീതിയിലുള്ള ചെറിയ ചെറിയ കോംപ്ലിമെന്റ്സ് ഒക്കെ അതിൽ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നിങ്ങൾ സ്മോക്ക് ചെയ്യുന്നുണ്ടല്ലേ ദാറ്റ്സ് ഗുഡ് അങ്ങനെയല്ല ഓ സ്മോക്ക് ചെയ്യുന്നുണ്ടല്ലേ ഓക്കെ അത് ഓക്കെ നമുക്ക് അതിനെ പറ്റി ഡിസ്കസ് ചെയ്യാം അത് ബെറ്റർ ആണോ ഇതാണോ ഉള്ളത് നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാൻ സാധിക്കും അതിന് ഞാൻ ഹെൽപ്പ് ചെയ്യാം നമുക്ക് അതിനെ പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യാം anyway just talk about other things so we have to എന്താ പറയാ അവരുടെ ആ ഒരു മോഡുലേഷൻസ് പ്രോസസ്സും അല്ലെങ്കിൽ അവർ പറയുന്ന കംപ്ലൈൻസും കാര്യങ്ങളും നമ്മൾ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നു ഏത് രീതിയിൽ അവരെ അത് കൺവിൻസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നു ഇതൊക്കെ റാപ്പോ ക്രിയേഷൻ ക്രിയേഷനുമായി ബന്ധപ്പെട്ട എലമെന്റ്സ് ആണ് ഓക്കെ ദെൻ നെക്സ്റ്റ് വൺ പറയുന്നതാണ് ദ ഇനീഷ്യൽ കൗൺസിലിംഗ് സ്കിൽസ് ഇതില് ഫസ്റ്റ് എലമെന്റ് നമ്മളൊരു കൗൺസിലർ ആണെന്നുണ്ടെങ്കിൽ ആകണമെങ്കിൽ ഇനി കൗൺസിലിംഗ് പ്രോസസ്സിൽ ഇരിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം ബേസിക് ആയിട്ടുള്ളത് ഒരു ബേസിക് ആയിട്ടുള്ള ഇനീഷ്യൽ കൗൺസിലിംഗ് സ്കില്ലാണ് ആക്റ്റീവ് ലിസണിങ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പത്തൊൻപത് പതിനെട്ട് പേർക്കും you have these kind of skill active listening അല്ലേ വേറെ പ്രത്യേകിച്ച് ഒന്നും നമ്മൾ ഈ ഇന്റർപ്രി ഇന്റർപ്രിഷൻസോ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ഡിസ്റ്റർബൻസസോ ഒന്നുമില്ലാതെ you just listening you are just listening what others are talking എന്നുള്ളത് അല്ലേ ഈവൻ ദാറ്റ് ലിസണിങ് കൊണ്ട് മാത്രം നമ്മൾക്ക് പല രീതിയിലുള്ള ഒരു പോസിറ്റീവ്നെസ്സും ക്ലയൻറ്റും കൗൺസിലറും തമ്മിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ഈവൺ നമ്മൾ പലപ്പോഴും നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ അവർ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവരെ ലിസൺ ചെയ്താൽ മതിയാകും അവർക്ക് അതൊന്ന് വെന്റിലേഷൻ പ്രോസസ്സാണ് അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് റിലീഫിനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഒരു ടെക്നിക്കും കൂടിയാണ് ആക്റ്റീവ് ലിസണിങ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു ഒരു ആക്റ്റീവ് ലിസണിങ് അല്ലാതെ ഇരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളെ ഭയങ്കര സൂപ്പർഫിഷ്യൽ ആയിട്ട് അതായത് not paying too much attention to what other says I saying അവര് നമ്മളോട് എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് നോക്കുക ഇങ്ങോട്ട് നോക്കുക കാല് നോൺ വെർബൽ ആയിട്ടുള്ള എന്തെങ്കിലും ഡിസ്റ്റർബൻസസ് കാണിക്കുക ഫോൺ നോക്കുക അല്ലെങ്കിൽ ഇതിനെ പറ്റി വേറൊരാളോട് എന്തെങ്കിലും സംസാരിക്കുക ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എന്താ പറയാ lack of interest in that particular listening നമ്മൾ കേൾക്കാൻ താല്പര്യമില്ല എന്ന് നമ്മൾ ഇൻഡയറക്ട്ലി പറയുകയാണ് അവരുടെ അടുത്ത് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഇന്നാക്യുറേറ്റ് ലിസണിങ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യില്ല അവിടെ ഒരു റാപ്പ് ക്രിയേറ്റ് ചെയ്യില്ല ഓ ശരി ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും അവിടെ കേൾക്കാൻ ആൾക്ക് ഓക്കെ അല്ല ആൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളും അതായത് ഇടയിൽ കയറി ചാടി കയറി ഇന്ററപ്റ്റ് ചെയ്ത് അവരുടെ ഫ്ലോവിനെ ഇല്ലാതാക്കുന്ന രീതിയിൽ ഇങ്ങനെ ചോദിക്കാനാണ് അവർക്ക് താല്പര്യം സോ നെക്സ്റ്റ് സെഷനിൽ അവരെ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിലും അർത്ഥം ഉണ്ടാവില്ല ഓക്കെ അപ്പൊ ആക്റ്റീവ് ലിസണിങ് എന്ന് പറഞ്ഞിരിക്കുന്നത് it's paying attention to verbal communication as well as non-verbal communication facial എക്സ്പ്രഷനിലൂടെയോ postures gestures tone of the client അവരുടെ സൈലൻസ് പീരീഡ് ഇതെല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്യുക അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് okay then we just active ലിസണിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് നമ്മൾ ചിലപ്പോൾ നോട്ട് ചെയ്യും തല തലയാട്ടും അല്ലെങ്കിൽ ഓക്കെ ദെൻ എന്നുള്ള രീതിയിൽ അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഫ്രെയിംസ് ചെറിയ ചെറിയ വേർഡ്സ് ആണ് അവരെന്നെ കൂടുതൽ നമ്മളിലോട്ട് കാര്യങ്ങൾ പറയിപ്പിക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന ടെക്നിക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ആൻഡ് നെക്സ്റ്റ് വൺ പറയുന്നതാണ് ആസ്കിങ് ക്വസ്റ്റ്യൻസ് അവരുടെ അടുത്ത് അവർ കേൾക്കുന്ന കാര്യങ്ങൾ അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം കേൾക്കുകയല്ല ഒരു പർട്ടിക്കുലർ ടൈം അപ്പോൾ ആക്ടി ആസ്കിങ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻ ബിറ്റ്വീൻ നമ്മളൊരു ആക്റ്റീവ് ലിസണിങ് കുറച്ച് കുറച്ച് സമയം അവരുമായിട്ട് ഒന്ന് ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം we should ask questions like അവരെ ഇത്രയും കൂടിയും ഡീറ്റെയിൽഡ് ആയിട്ട് അവരെ എക്സ്പ്ലോർ ചെയ്യുന്നതിന് വേണ്ടി കുറച്ചും കൂടിയും കാര്യങ്ങൾ അവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി we can use the open ended questions and close ended questions അപ്പൊ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ കുറേ കൂടി കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാൻ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് open ended questions okay such as how did this happen why was he angry with you and how it is occurred how do you feel that what may be the reason for this kind of activity അങ്ങനെ അവരുടെ അടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് open ended questions versus close ended questions എന്ന് പറഞ്ഞിരിക്കുന്നത് are you afraid that particular time there should be one answer either yes or no അല്ലെങ്കിൽ ലിറ്റിൽ uh, എന്നുള്ള രീതിയിൽ അപ്പോൾ വെൻ ഡിഡ് ദിസ് ഹാപ്പൺ അപ്പോൾ ചിലപ്പോൾ പറയും during that time of vacation അല്ലെങ്കിൽ during that time of my first year examinations അങ്ങനെ അവർക്ക് വളരെ എന്താ പറയാ ഒരു uh, തിങ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രോബിങ് ക്വസ്റ്റ്യൻസ് ആണ് തിങ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിഫ്ലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് അടുത്ത് ചോദിക്കുന്നത് ഓക്കെ അപ്പൊ അവർ ഇത്രയും കൂടിയും നമ്മൾ അവരിലോട്ട് ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടോ അവരെ കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ടോ നമ്മൾ ക്ലാരിഫൈ ചെയ്യുന്നതാണ് asking questions then communication we should have a clear and transparent transparent of communication channel of communication should be adopted ഇത് നോൺ വെർബൽ ആയിരിക്കാം വെർബൽ ആയിരിക്കാം എങ്കിൽ പോലും അവർ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അവർ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളോ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് വളരെ എന്താ പറയുക ഒരുപാട് വലിയ വലിയ ടെർമിനോളജീസ് ഒന്നും യൂസ് ചെയ്തുകൊണ്ടല്ല നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ നമ്മൾ അവരുടെ അടുത്ത് ഇന്ററാക്ട് ചെയ്യുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അത് നമ്മളുടെ ഇൻഡിക്കേഷൻ നമ്മുടെ ബോഡി ലാംഗ്വേജ് ഉണ്ടായിരിക്കും ജസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും നമ്മൾ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യണം ഒരു എന്താ പറയുക ഒരു ഫോർവേഡ് ലുക്കിങ്ങിലുള്ള ഒരു പോസ്റ്ററിലാണ് നമ്മൾ ഇരിക്കേണ്ടത് അവർ പറയുന്നത് റിസീവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമ്മളുടെ വെർബലിലും നോൺ വെർബൽ ക്യൂസിലും അവർ എക്സ്പ്രസീവ് ആയിരിക്കണം okay and the client feels that his or problems concerns are being listened to and understand understood okay അപ്പൊ അങ്ങനെ ഒരു രീതിയിലായിരിക്കണം നമ്മൾ ഒരു ഇത് ക്രിയേറ്റ് ചെയ്യേണ്ടത് then empathy should be empathetic ആയിരിക്കണം ഒരു കൗൺസിലറിന് ഉണ്ടായിരിക്കേണ്ട ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ക്വാളിറ്റീസ് ആണ് we should be empathetic sympathy അല്ല എംപത്തി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ് എന്ന് നിങ്ങൾക്കറിയാം so just think me in that person's feelings അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ ആ ഒരു ഇമോഷൻസും ഇന്റൻസിറ്റിയും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ദ കൈൻഡ് ഓഫ് മോഡുലേഷൻസ് ഒക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനോ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടുള്ള രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനോ ഒക്കെ സാധിക്കുക എന്നുള്ളതാണ് ഒരു എംപതി എന്ന് പറഞ്ഞിരിക്കുന്നത് so it may create a safe and positive climate from the part of the counsellor self അപ്പൊ റോജേഴ്സ് ആണ് എംപതി എന്നുള്ള ഒരു ടെർമിനോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തത് Uh, ആൻഡ് എമ്പത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is a capacity to feel with മറ്റുള്ളവരുമൊപ്പം നമ്മൾക്ക് ഫീൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയാണ് and he states that empathy is to sense the client's private world as if it is were you are own but without ever losing the as if quality that is empathy and this is seems so essential to therapy നമ്മൾ അവരാകുക എന്നുള്ളതല്ല അവരെ പോലെ നമ്മളാണെങ്കിൽ വട്ട് വിൽ എന്നുള്ള രീതിയിൽ നമ്മൾക്ക് ചിന്തിക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് അവരെ ക്രിട്ടിസൈസ് ചെയ്യാതെ എന്താ പറയുക ജഡ്ജ് ചെയ്യാതെ അവരുടെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷനോട് കൂടി നോക്കാതെ ഇത്രയും കൂടിയും ഒരു കൺസിഡറേഷനോട് കൂടി നമുക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ okay then the counselling settings ആണ് just already explained these things like proper lighting and ventilation ഉണ്ടായിരിക്കണം പ്രോപ്പർ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഉണ്ടായിരിക്കണം facilities quiet and calm environment ആയിരിക്കണം ഒരു പ്രൈവസി ഉണ്ടായിരിക്കണം കോൺഫിഡൻഷ്യാലിറ്റി മീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം ഓക്കെ അത്രയാണ് പറയുന്നത് then mindset of the client ഒരു mindset of the client എന്ന് പറഞ്ഞിരിക്കുന്നത് പല രീതിയിലായിരിക്കാം ചിലപ്പോൾ വളരെ ഡിസ്റ്റർബ് ആയിട്ടുള്ള രീതിയിലായിരിക്കാം വരുന്നത് ദെൻ എന്താ പറയുക വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റിലായിരിക്കാം വരുന്നത് ഡിഫറെന്റ് മൊഡാലിറ്റീസിലായിരിക്കാം അല്ലെ ഈവൻ നമ്മളുടെ മൈൻഡ് സെറ്റ് പോലും ഒരു ദിവസത്തിൽ പല രീതിയിലുള്ള മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കാം ഫ്രം മോർണിംഗ് ടിൽ ഈവനിങ് അല്ലെങ്കിൽ മോർണിംഗ് ടിൽ നൈറ്റ് നമ്മൾ പോകുന്ന ഓരോ സാഹചര്യങ്ങളും നമ്മൾ പെർസീവ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ തിങ്ക് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്ക് അനുസരിച്ച് അതിനനുസരിച്ച് നമ്മുടെ മൈൻഡ് സെറ്റ് ഡിഫറെന്റ് ആയിട്ടിരിക്കാം so an emotionally unstable client വരാം ഇമോഷണലി അൺസ്റ്റേബിൾ ക്ലയന്റ് എന്ന് പറയുമ്പോൾ വളരെ രീതിയിൽ അല്ലെങ്കിൽ അവർ ഇമോഷണൽ ആയിട്ടുള്ള അപ്സെറ്റ് ഉണ്ടായിരിക്കുന്ന ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കാം അപ്പൊ അവരുടെ അടുത്ത് നമ്മൾ നല്ല രീതിയിലുള്ള റാപ്പോ ക്രിയേറ്റ് ചെയ്യുന്നത് എസെൻഷ്യൽ ആണ് using self disclosure to relate to the client situation and creation create an emotional link creating goals and accountability in order to encourage action from the client providing transparency and positivity through communication അപ്പൊ അവിടെ ഒരു ഇമോഷണൽ സപ്പോർട്ടാണ് ആ ഇൻഡിവിജ്വൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് ഇമോഷണലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ക്ലയന്റ് ആണെങ്കിൽ and involuntary or sceptical client ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ട്രസ്റ്റ് ആയിരിക്കും അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത് അതായത് പറയും ഞാൻ പത്ത് ആൾക്കാരുടെ അടുത്ത് പോയിട്ടാണ് വരുന്നത് ഇനിയിപ്പോൾ ഇവിടെയും കൂടി വന്നിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു സ്കോപ്പും ഇല്ല അങ്ങനെയുള്ള രീതിയിലുള്ള ക്ലയൻസ് നമ്മുടെ മുമ്പിൽ വരാം അല്ലേ അപ്പൊ അങ്ങനെയുള്ള ഇൻഡിവിജ്വൽസിന്റെ അടുത്ത് നമ്മൾ കൊടുക്കേണ്ടത് ട്രസ്റ്റും അതേപോലെ തന്നെ ഒരു സൊല്യൂഷൻ ഫോക്കസ്ഡ് സ്ട്രാറ്റജീസ് ആണ് അവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ ഇങ്ങനെ എന്താ പറയുക ഒരുപാട് ഇങ്ങനെ സംസാരിച്ച് വേഗമായിട്ട് പോയിട്ട് there is no use such that they need specific problem solution അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ ഫോക്കസ്ഡ് സ്ട്രാറ്റജീസ് ആണ് അവിടെ കൊണ്ടുവരേണ്ടത് അപ്പൊ അവർക്ക് ട്രസ്റ്റും അതേപോലെ തന്നെ ഒരു സൊല്യൂഷൻ ഫോക്കസ്ഡ് സ്ട്രാറ്റജീസും ഒരു പോസിറ്റീവ് ഔട്ട്കംസും കൊടുക്കുന്നതിലായിരിക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് and the child client is adolescent or a child okay അപ്പോ ഇവ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഇൻഡിവിജ്വൽസിന്റെ അടുത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഒരു ഹ്യൂമർ റിലേറ്റഡ് ആയിട്ട് കാരണം പൊതുവേ ഈ ഒരു ഏജിലുള്ള കുട്ടികളാണെങ്കിൽ എന്നെ ഉപദേശിക്കാനാണ് ഞാൻ നന്നായത് തന്നെ എന്നെ ഇങ്ങനെ പാലും നന്നാക്കാനായിട്ട് നോക്കണേ ഇപ്പൊ റീസെന്റ് ഞാനൊരു ട്രെയിനിങ് സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ ബിഹേവിയർ ഇഷ്യൂസ് ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അപ്പൊ അതിലൊരു പാരന്റ് പറഞ്ഞ ഒരു കാര്യമായിരുന്നു എന്റെ മോനെ മാഡം ഞാൻ ഭയങ്കര നിർബന്ധിച്ചിട്ടാണ് ഇതിനെ വെട്ടിക്കുന്നത് അപ്പൊ അവൻ അവിടെ ഇരുന്ന് പറയാണ് എന്നെ ആരും നന്നായി നന്നാക്കാൻ നോക്കണ്ട ഞാൻ അങ്ങനെ നന്നാവില്ല എന്നുള്ളത് okay this is their tone അതിപ്പോ ഒരു അത് അവരുടെ കുറ്റമൊന്നുമല്ല ഇറ്റ്സ് ദയർ എന്താണ് ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ ചിന്ത എന്താണ് ഐ ആം ഓക്കെ എനിക്കിപ്പോ എന്താ പ്രോബ്ലം നിങ്ങൾക്കാണ് പ്രോബ്ലം അതായത് എൽഡേഴ്സിനാണ് പ്രോബ്ലം അവരാണ് ഞങ്ങളെ പോലെ ചിന്തിക്കാത്തത് അങ്ങനെയുള്ള ഡിഫറെന്റ് ആസ്പെക്ട്സിലുള്ളവരായിരിക്കും നമ്മുടെ മുമ്പിലുള്ള പല ക്ലയൻസും അതിൽ എസ്പെഷ്യലി അഡോളസന്റ് അല്ലെങ്കിൽ ചൈൽഡ് ക്ലയന്റ് എന്ന് പറയുമ്പോൾ അവർക്ക് ഈ ഉപദേശങ്ങളും അല്ലെങ്കിൽ എന്താണ് ക്ലാസ്സുകളും ഒന്നും തീരെ ഇഷ്ടമല്ലല്ലോ സോ അവരെ തന്നെ കമ്മ്യൂണിക്കേഷനിലൂടെ അവർക്ക് അവരെ തന്നെ എന്റർടൈൻ ചെയ്യുന്നതിലൂടെ അവർക്ക് ഉണ്ടാകുന്ന സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ അതേപോലെ തന്നെ ഈ ബോർഡം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പല പല ഗെയിംസുകളോ അല്ലെങ്കിൽ ഡിഫറെന്റ് പസിൽ ഗെയിംസ് ഇപ്പൊ കുഞ്ഞു കുട്ടികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ബ്ലോഗ്സ് ഒക്കെ എടുത്തു കൊടുക്കും അപ്പൊ അവരിതിൽ കുറച്ച് നേരമൊക്കെ എൻഗേജഡ് ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരയ്ക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എടുത്തു കൊടുക്കും അല്ലെങ്കിൽ സ്റ്റോറി എഴുതാനോ പറയാനോ പറയും അപ്പൊ അവർക്ക് ആ ഏജിനനുസരിച്ചിട്ടുള്ള എന്താണോ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ട് ആ ഒരു സ്റ്റേജിലോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നത് അങ്ങനെ ഒരു ആംബിയൻസ് ആയിരിക്കണം അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത് അല്ലാതെ ഒരു അഡൾട്ട് പേഴ്സണോട് പറയുന്ന ഒരു you you have this kind of problem നിങ്ങൾക്ക് ഇന്ന നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് അത് നമ്മൾ എത്രയും പെട്ടെന്ന് ട്രീറ്റ് ചെയ്തേ മതിയാകൂ എന്നൊരു തേർട്ടി അല്ലെങ്കിൽ ഫോർട്ടി ഇയേഴ്സ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് പറയുന്ന പോലെ we can talk to this adolescent child persons okay then the uncommitted client അപ്പോൾ പ്രത്യേകിച്ച് ഒരു എന്താ പറയാ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്തൊരു ക്ലയന്റ് വരാം പ്രത്യേകിച്ച് ഒരു അജണ്ട ഇല്ല ജസ്റ്റ് അവർ ചെയ്യുന്ന എല്ലാത്തിനും ജസ്റ്റിഫൈ ചെയ്യുന്നത് ഓക്കെ ഇപ്പൊ ഹസ്ബൻഡ് വൈഫിലൊക്കെയാണ് അത് കൂടുതലായിട്ടും വരിക അതായത് ഹസ്ബൻഡിനാണ് പ്രോബ്ലം അല്ലെങ്കിൽ ഹസ്ബൻഡ് പറയും വൈഫ് അവളാണ് ഏറ്റവും പ്രോബ്ലം ആയിട്ടുള്ള വ്യക്തി അവള് വീട്ടിലില്ലാത്ത സമയത്തൊക്കെ the house is very perfect അപ്പൊ അങ്ങനെയുള്ള പല ജഡ്ജ്മെന്റ്സും പല രീതിയിലുള്ള കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ക്ലയൻസ് ഉണ്ടായിരിക്കാം ദർസ് അൺകമ്മിറ്റഡ് ക്ലയന്റ് അവർ ജസ്റ്റിഫൈ ചെയ്യാനായിരിക്കും അവർ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് അങ്ങനെയുള്ളവരുടെ അടുത്ത് we should create framing and reframing questions അല്ലെങ്കിൽ എത്രയും കൂടിയും ഒരു ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കണം നമ്മൾ അവരുടെ അടുത്ത് ഡീൽ ചെയ്യേണ്ടത് അവർക്ക് അവർക്ക് വേണ്ടത് എവിഡൻസ് ആണ് evidence in the sense that whether the thought is wrong or whether the thought is a good pattern അതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഉണ്ടോ അതിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഡിസ്റ്റോർഷൻസ് ഉണ്ടോ ഇതൊക്കെ നമ്മൾ എന്താ പറയുക വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഫോർമാറ്റിൽ കൊണ്ടുപോകുന്ന ഒരു മെത്തേഡായിരിക്കണം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ആൻഡ് ദ ഡിമാൻഡിങ് ക്ലയൻറ്റ് പല രീതിയിലുള്ള ഡിമാൻഡിങ് ക്ലൈൻറ്റ് അതുപോലെ ഇത് എന്താ പറയുക നമ്മളോടായിരിക്കും ചോദ്യം ചോദിക്കുക ഇവിടെ വന്നിരുന്നിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ അല്ല നിങ്ങൾ പറ അല്ലെങ്കിൽ ഡോക്ടർ പറ എന്താണ് ഇതിനൊരു ഉത്തരം ഇങ്ങനെയൊക്കെ അവർ ചെയ്യാമോ എന്നുള്ള രീതിയിലുള്ള ഒരു കോൺവെർസേഷനിലൂടെയാണ് അവരുടെ സെഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ സോ അതിനു വേണ്ടി നമ്മൾ ഉത്തരം കൊടുക്കാൻ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഉത്തരം കൊടുക്കാൻ നേരം ഉണ്ടാവുള്ളൂ അവർക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ച് അവരിങ്ങനെ വൈൻഡപ്പ് ചെയ്യുന്ന ഒരു സെഷൻസ് കാണില്ല so the counsellor can help and provide appropriate guidance to the client to enable him or to understand self and situation factors അപ്പൊ അവർക്ക് ഒരു ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി അവർ പോകുന്ന അവർ ചിന്തിക്കുന്ന ആസ്പെക്റ്റിലെ ഏതൊക്കെ രീതിയിലാണ് ഒരു വേവ് ലെങ്ത് ഡിഫറെന്റ് കാര്യങ്ങൾ അവിടെ മെഷർ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ അവരെ തന്നെ ചിന്തിക്കാനും അവരെ തന്നെ തിരിച്ചു ചോദി തിരിച്ചു ചോദിക്കാനും അല്ലെങ്കിൽ നിങ്ങൾ പറയൂ ഓക്കെ എനിക്ക് മനസ്സിലായി ഇനി നിങ്ങൾ പറയൂ എന്താണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു ഡിസിഷൻസ് മേക്കിംഗ് സ്കില്ലൊക്കെയാണ് നമുക്ക് ആ സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് അപ്പൊ ഇങ്ങനെയുള്ള ഡിഫറെന്റ് എന്താണ് ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് ക്ലയൻസ് നമ്മളുടെ അവിടെ വരാം അവരുടെ അടുത്തും നമ്മളിങ്ങനെയാണ് പ്രൈമറി ട്രീറ്റ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത് then the pre counselling interview അപ്പോൾ ഇൻടേക്ക് കൗൺസിലിംഗ് ഇൻ്റർവ്യൂ എങ്ങനെയായിരിക്കണം നമ്മളൊരു ക്ലയൻറ്റിനെ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് എന്താണ് നല്ലതാണ് അപ്പോൾ ഒരു ഡിഫറെൻറ്റ് സ്റ്റേജസിലൂടെയാണ് ഒരു കൗൺസിലിംഗിലോട്ട് നമ്മൾ പോകുന്നത് ഫസ്റ്റ് വൺ പറയുന്നതാണ് പ്രിലിമിനറി അസസ്മെൻ്റ് ഉണ്ടായിരിക്കണം അത് അവരുടെ ഹിസ്റ്ററി എടുക്കുക റീസൺസ് ഫോർ കമ്മിങ് ആരെങ്കിലും റെഫറൻസ് ആണോ സ്വയം വന്നതാണോ അല്ലെങ്കിൽ അവരുടെ personal data age gender qualification I mean education അല്ലെങ്കിൽ ഓക്യുപേഷൻ സ്റ്റാറ്റസ് ഫാമിലി അങ്ങനെ എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് അതിനുശേഷം പിന്നെ അവരുടെ ഡീറ്റെയിൽഡിലോട്ട് പോകുന്നു ദെൻ അസസ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ നോക്കുന്നു അസസ്മെന്റ് ഏത് രീതിയിലുള്ള അസസ്മെന്റ് ആണ് കണ്ടക്ട് ചെയ്യണേ നമ്മൾ നോക്കുന്നു then what kind of psychological test are necessary അതിന്റെ വാലിഡിറ്റി അസസ്മെന്റ് ഒക്കെ നമ്മൾ അസസ് ചെയ്യുന്നു അതിനുശേഷമാണ് ഒരു കൗൺസിലിംഗ് സെഷനിലോട്ട് നമ്മൾ പോകുന്നത് ഓക്കെ അപ്പൊ ഇത്രയാണ് ഒരു തേർഡ് യൂണിറ്റിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്